Yes, I think we have discussed up to um, various uh, tests for measuring intelligence and uh, mental ability. And also we discussed uh, different types of personality inventory like uh, MMPI, then Milan multi-axial system PF, neo-personality inventory. And next part of the personality testing is or diagnosing personality. Psychodiagnostic procedure for personality is about the projective technique the clinical psychologist used in various situations or with uh, different purposes. Projective. Uh, you have studied uh, this uh, projection and different uh, dynamic psychodynamics theories last year in your paper on personality and this technique is purely based on purely based on the projective aspect of projection of our unconscious mind onto the stimuli or stimulus presented to the subject we project our unconscious mind or we project our personality onto the stimulus presented by the uh, diagnostician, presented by the psychometrician. In uh, objective test or in personality inventory, there are different items with the different options. So the subject has to select one of the options on one of the response that is given in the test or in the inventory, questionnaire or scale, etc. But in the case of the projective technique, there are no or there is no particular responses to be uh, to be respond by the objects. Okay, we can project our own personality onto the stimulus or stimuli presented in the form of items in items in the testing. That's why it is known as projective technique. It is not a direct method as that of the uh, personality inventory. Personality inventory, we are assessing the personality by a direct method, by directly asking, by directly presenting certain questions about the personality trait of the subject. But in projective technique, it asserts the unconscious motive and feeling based on the assumption that weakening of the stimulus structure, the individual projects his feeling, desire, and need, which can be interpreted later by the psychologist. Stimulus structure is. Direct അല്ലാത്തത് കൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റിമുലസ് സ്ട്രക്ചർ വീക്കനിങ് ആയിരിക്കുള്ളൂ എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആയിരിക്കില്ല ഐറ്റം ആയിട്ട് പ്രസന്റ് ചെയ്യപ്പെടും അല്ല നമ്മൾ കൃത്യമായിട്ട് ഐറ്റം പ്രസന്റ് ചെയ്യപ്പെടുന്നുണ്ട് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചേർഡ് ഐറ്റം ആണ് അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ആ ഐറ്റത്തിന് ഒരു പർട്ടിക്കുലർ റെസ്പോൺസ് ഉണ്ടായിരിക്കും but in the case of the projective technique the item will be will be with a vague structure or ambiguous structure or with a weak structure. And there are a variety of projective techniques psychologists use to assess the personality characteristics in different uh, stimulus form and response form. Based on the task, the subject has to be uh, based on the task, the subject has to be responded. There are different there are uh, different type of projective tests and the major projective test based on the task are first one that is word association test second is construction test third is completion test fourth is expression test where in word association test, a stimulus or some stimuli are given and asked the subject to respond to the first thing that comes to his mind. Some stimuli like uh, uh, what we are going to discuss in uh, Rorschach in block, in block test, you might have heard this uh, uh, heard this uh, test testing procedure Here, the subject has to respond or he has to associate the stimulus with some response that comes to his mind first. ചില സ്റ്റിമുലസ് കാണിക്കുന്ന സമയത്ത് അതുമായിട്ട് നമ്മുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും അസോസിയേറ്റ് ചെയ്യപ്പെടുന്നു we are responding by associating we are responding by associating some uh, some uh, responses that comes to the mind then another kind of another type of projection test is construction test. Uh, in uh, construction test, the subject is asked to construct. The task of the subject is to construct some something like uh, write stories around a picture. Uh, example is uh, thematic perception test (TAT). Then another kind of test that is completion test or complete test. In this test, The subject has to complete and incomplete sentences or story. സ്റ്റോറിയോ അല്ലെങ്കിൽ ചെറിയ ഒരു ഒരു സെന്റൻസിന്റെ ഒരു സ്റ്റെമ്മ് കൊടുത്തിട്ടുണ്ടാകും നമ്മുടെ ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ടാവും സെന്റൻസിന്റെ തുടക്കത്തിൽ ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ടാവും അത് കംപ്ലീറ്റ് ചെയ്യേണ്ട രീതിയിലുള്ള test that is completion test then expression test is another type that is to be expressed the, the test is to express sorry the Subject is to express some feelings, attitude through drawing, like that of uh, draw a mantis. അപ്പോൾ ഇവിടെ ആണ് പേഴ്സണാലിറ്റീനെ ഒരു ഡ്രോയിങ്ങിലൂടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു പേഴ്സണാലിറ്റിയുടെ ഒരു ഡ്രോയിങ്ങിലൂടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു അപ്പോൾ ഇത് രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെഡിയോണ്ട് കേട്ടോ മേജർ ആയിട്ടുള്ള ടാസ്കുകളാണ് നമ്മൾ ഇപ്പോൾ അസോസിയേറ്റ് ചെയ്യുന്ന ടെസ്റ്റ് ടെസ്റ്റുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യപ്പെടാനുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ ഇതെല്ലാം തന്നെ പ്രൊജക്റ്റീവ് ടെസ്റ്റാണ് in all these test the stimuli will be weakening with structure or there will be no response at all there will be no given response uh start of the personality invent നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണോ അത് നമുക്ക് ചെയ്യാം എന്ന് മാത്രം അപ്പൊ അതുകൊണ്ട് തന്നെ there is no right or wrong answer നമ്മൾ പറയണത് ശരി തെറ്റ് എന്നൊന്നുമില്ല ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചോദ്യമൊന്നുമില്ല അപ്പൊ പേഴ്സണാലിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ പേഴ്സണാലിറ്റി അയാളുടെ പേഴ്സണാലിറ്റി ശരിയാണ് തെറ്റാണെന്ന് നമുക്ക് സൈക്കോളജിക്കൽ ലെവലിൽ പറയാൻ പറ്റില്ല each person has his own unique personality and some personality characteristics may be deviated from the from that of the social നോ അങ്ങനെ വരുമ്പോഴാണ് നമ്മളതിനെ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഒന്നിലും തന്നെ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റിമുലസ് വേഗമായിട്ടുള്ള സ്റ്റിമുലസ് ആയിരിക്കുള്ളൂ and subject has to respond in any way he or she there is no right or wrong answer or there are no particular particular response or particular answer from which the subject has to be select പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ സബ്ജക്റ്റിന് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് സബ്ജക്റ്റിന് എനിക്ക് പറയാം എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് common characteristics of projective test are first one as we discuss it is unstructured and poorly design defined material without any particular structure or without any well defined characteristics of the material second is not to talk, not to tell the purpose and method and scoring, method scoring and interpretation to the subject. ഇത് എങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത് ഇതിന്റെ പർപ്പസ് എന്താണ് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് തന്നെ ഒന്നും തന്നെ നേരത്തെ തന്നെ സബ്ജക്റ്റിനോട് പറയാൻ പാടില്ല if if the subject psychologist tell for this purpose I am using this test or this is the way in which I am going to interpret I i going to score your responses Responses that itself may tend to fake the response that is to be given by the subject. Third one, inform the, uh, the uh, psychologist has to be informed there is no or right, right or wrong responses. And fourth is each response reveals a true significant aspect of the personality. ഓരോ റെസ്പോൺസും നമ്മുടെ ഏതെങ്കിലും പേഴ്സണാലിറ്റിയിലെ ഏതെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ആസ്പെക്റ്റിനെ സൂചിപ്പിക്കുന്നത് and the last is scoring and scoring are interpretations and lengthy uh, ഇൻവെൻട്രിയിലെല്ലാം uh, തന്നെ കൃത്യമായിട്ടുള്ള റെസ്പോൺസ് ഉള്ളത് കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സ്കോറിങ് uh, സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവാണ് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റെസ്പോൺസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസ്പോൺസിന് ഇത്ര സ്കോർ ഫോർ എക്സാമ്പിൾ അങ്ങനെ പറയാം ഇവിടെ അങ്ങനെ പർട്ടിക്കുലർ റെസ്പോൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ് ലെവലിൽ നമുക്ക് ഇന്ന് സ്കോർ ചെയ്യാൻ പറ്റില്ല so the scoring procedure are subjective lengthy and and more or less difficult as compared to the other scoring as compared to the other scoring procedure of other testing uh, material. ഇത്രയാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റിന്റെ ടെക്നിക്കിന്റെ characteristic unstructure poorly define No right or wrong answer. Each response reveals a significant aspect. Then not tell the subject about the scoring, interpretation, and purpose of the testing. Then scoring and interpretation will be very, uh, very long and subjective in nature. Okay, so we can start with the very popular and famous uh, psychodiagnostics test, uh, test that is used in clinical setting for understanding the psychopathological characteristics of a person and that you might have heard Rorschach in blood test the most popular and widely used method for assessing psychopathology and related characteristics in clinical setting. Okay. അപ്പോൾ അതാണ് ഇനി നമ്മുടെ അടുത്ത സോറി ടെസ്റ്റിന്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംഗ്ലോട്ട് ടെസ്റ്റ് ആണ് ഇംഗ്ലോട്ട് ടെസ്റ്റിലെ it's a well known projective test as Yes, uh, as uh, as uh, we discussed uh, now, it says it was uh, developed by Hermann Rorschach, a German psychiatrist. Uh, he developed this test in 1921 to test the personality as well as the intellectual capacity. This test is mainly used for assessing personality and assessing the thought disorder or cognitive impairment of the impairment of the subject or impairment of the uh, patient. This test uh, consisted of 10 symmetrical inkblot that is printed in a card, white card of 7 into 10 inches. Among them, 5 are black and white and 5 are color. And among these 5 colored cards, 2 are with black and red and other 3 are with multi-color. This is an individually administered test and this uh, test has two phase of administration okay ഇത് എൻ്റെ ഇത് പറയാം കേട്ടോ അപ്പൊ ഇവിടെ ഈ ടെസ്റ്റ് നയൻറ്റീൻ ട്വന്റി വണിലാണ് ഇത് ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് initially it was used for assessing the personality and also the intellectual capacity of the person so this method that as we discussed, uh, this test was published in 1921. Uh, this card uh, composed of there are 10 cards. Uh, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ചെയ്യുക intellectual capacity and also the thought disorder or cognitive impairment in person ഇതാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സിലെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് കൂടുതലായിട്ട് ക്ലിനിക്കലായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഈ ടെസ്റ്റ് പത്തോളജി സൈക്കോ പത്തോളജി പ്രത്യേകിച്ച് കൊഗ്നേറ്റീവ് എംപയർമെൻറ്റുള്ള അല്ലെങ്കിൽ തോൾ ഡിസോർഡർ പ്രശ്നമുള്ള പത്തോളജി മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാൻ ഈ കാർഡ് കാണിച്ചു തരാം എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു കേട്ടോ കാർഡ് എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ട് മാനുവലുണ്ട് എന്നാൽ ഞാൻ സ്ലൈഡായിട്ട് കാണിച്ചു തരാം ശേഷം മാനുവലും കാണിച്ചു സോറി എൻ്റെ കയ്യിലുള്ളതും കാണിച്ചു ഓക്കെ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഇതുപോലെ പത്ത് കാർഡ് ഉണ്ട് പത്ത് കാർഡിൽ അഞ്ചെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കളറിൽ കളറുള്ളത് അഞ്ചെണ്ണം പ്യുവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് this card is printed in white card board of seven into ten inches ഇതെല്ലാം കൃത്യമാണ് കേട്ടോ കാരണം ഇതിന് അതിൻ്റെ ഉള്ള എല്ലാ ആസ്പെക്റ്റും ഉണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ കാർഡിൻ്റെ അളവൊക്കെ മെഷർമെൻ്റ് ഒക്കെ നമ്മൾ പറയുന്നത് ഏഴ് ഇഞ്ചു ടെൻ ഇഞ്ചിലുള്ള ഇതിലാണിത് കാർഡ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് In this card, uh, the subject is asked to respond. Uh, sorry, the administration um, uh, administration of this uh, administration procedure for this uh, mm, test is test is composed of two stages. In the first stage, the subject is asked to subject is asked to uh, first stage that is known as performance proper and second stage is known as enquiry phase first സ്റ്റേജിൽ അതായത് സബ്ജക്റ്റിനോട് ഈ കാർഡ് ഇങ്ങനെ സൈക്കോളജിസ്റ്റിന്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ ടേബിളിൽ വെച്ചിട്ട് നോക്കാം അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ കയ്യിൽ കൊടുക്കാം സബ്ജക്റ്റിന്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം ആവശ്യപ്പെടുന്നത് ഈ കാർഡിൽ what you see in this card എന്നുള്ള സംഭവം പറയാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഈ കാർഡ് കണ്ടിട്ട് തോന്നുന്നത് എന്ന് പറയാനായിട്ട് ആവശ്യപ്പെടും ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊസീജിയർ അപ്പോൾ ഇവിടെ ഈ കാർഡ് കണ്ടതിന് ശേഷം എന്തും വേണ്ടി പറയാം കാരണം this is an inkblot and this is not with a well structured or it's a purely defined or it is an ambiguous picture the subject can tell anything can say anything about the, uh, the this uh, about the form of the car, about what he see in this car. അപ്പോൾ ഈ കാർഡ് നമ്മൾ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചോദിക്കുന്ന പറയുന്ന സമയത്ത് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്ന് പറയുന്ന സമയത്ത് സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാർഡിലെ കാണുന്ന എന്ത് വേണമെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒരു ഒരു ഫോം പറയണമെന്നൊന്നുമില്ല കാരണം അതിനകത്ത് പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും തന്നെയില്ല ഒരു സെലക്റ്റഡ് ആയിട്ട് റെസ്പോൺസ് ഒന്നും തന്നെയില്ല സബ്ജക്റ്റ് പറയുന്നതാണ് സബ്ജക്റ്റ് കാണുന്നതാണ് ഇതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് അപ്പോൾ പേഴ്സണാലിറ്റി ഇൻവെന്ററിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം അതിന്റെ റെസ്പോൺസ് വന്നിട്ടുണ്ടാകാം അതിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാകാം അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഇത് കൊടുത്ത കൊടുത്തതിന് ശേഷം ഇതിനോട് പറയും and the the freedom of the subject is he can he can see what he can tell whatever come to his mind by seeing this card and he can also twist is card in any way ഇപ്പൊ ഇത് കൊടുത്തിരിക്കുന്നത് നമ്മളിങ്ങനെ ഇത് ഇപ്പൊ ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന കാർഡ് സബ്ജക്റ്റിന് ഇത് എങ്ങനെയും തിരിക്കാം ഇത് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ നയൻറ്റി പെർസെന്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് പറയാം അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് പെർസെന്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെ വേണമെങ്കിലും പറയാം അങ്ങനെ പ്രത്യേകിച്ച് കാണിച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ പറയണമെന്നില്ല ഇപ്പം ഇങ്ങനെ കാർഡ് കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കാർഡ് കയ്യിലേക്ക് കൊടുത്തതിന് ശേഷം നേരത്തെ കയ്യിലേക്ക് കൊടുത്തതിന് ശേഷം നോക്കിയിട്ടെന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല അതുപോലെ തന്നെ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാർഡിൽ കാണുന്ന എന്ത് കാര്യവും പറയാം എന്ന് പറയുന്ന സമയത്ത് ഈ കാർഡിനെ നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ പറയാം ഏതെങ്കിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മേജർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറയാം വലിയ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വളരെ മൈനർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പൊ കണ്ടോ ഇത് കണ്ടോ ഇതുപോലത്തെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കണ്ടു പറയും എന്ത് വേണമെങ്കിൽ പറയാം അങ്ങനെ പ്രത്യേകിച്ച് എന്ത് പറയണം എന്നും തന്നെ ഒന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല ഏത് ഭാഗത്ത് അല്ലെങ്കിൽ എവിടെ എന്ത് കണ്ടു കഴിഞ്ഞാലും പറയേണ്ടി വരും ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫേസിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൊത്തം കണ്ടു കഴിഞ്ഞതിന് ശേഷം പത്ത് കാലം നേരത്തെ ഞാൻ കാണിച്ചു തരാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഓരോന്നും പറയുന്ന സമയത്ത് അത് എങ്ങനെയാണ് ഇതെന്ത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ തോന്നുന്നതെന്നും അല്ലെങ്കിൽ എവിടെ ആണ് ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഫുൾ ഫുള്ളായിട്ടാണോ തോന്നുന്നത് അല്ലെങ്കിൽ ചെറിയൊരു പോർഷൻസ് ആയിട്ടാണോ തോന്നുന്നത് അങ്ങനെ പറയണം അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മളത് മാർക്ക് ചെയ്യും സബ്ജക്റ്റ് പറയുന്ന റെസ്പോൺസ് എവിടെയാണെന്ന് ഓർത്തിട്ട് മാർക്ക് ചെയ്യും എന്നുള്ളതാണ് what you see in this card personality assess ചെയ്യാനൊന്നുമല്ല കാർഡ് കണ്ടിട്ട് എന്താ തോന്നുന്നത് snake then any other ah ഒരു വവ്വാലിനെ പോലെ തോന്നുന്നുണ്ട് ഓക്കെ ഓക്കെ എന്ത് വേണ്ട പറയണ്ട പ്രത്യേകിച്ച് ഞാനത് പേഴ്സണൽ അസംബ് ചെയ്യണമെന്നല്ല കേട്ടോ നോക്കിയിട്ടൊന്നല്ല എന്റെ പേഴ്സണാലിറ്റി അസസ് ചെയ്യപ്പെടുന്നത് ഇനി സബ്ജക്റ്റിന് സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടിട്ട് എത്ര റെസ്പോൺസ് വേണമെങ്കിലും പറയാം ഇതിന് ഒന്നും തന്നെ സബ്ജക്റ്റിനെ റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നില്ല ഇത് കണ്ടിട്ട് നിങ്ങൾ പറയാൻ പറയുന്ന സമയത്ത് ഒരു റെസ്പോൺസിലല്ല എത്ര റെസ്പോൺസ് ഉണ്ട് ഇപ്പൊ ബാറ്റ് എന്ന് പറയാം ബട്ടർഫ്ലൈ എന്ന് പറയാം ഇപ്പൊ ആരോ പറഞ്ഞ പോലെ സ്റ്റേക്ക് എന്ന് പറയാം അല്ലെങ്കിൽ ലേഡി എന്ന് പറയാം എന്ത് വേണമെങ്കിലും പറയാം എത്ര എണ്ണം വേണമെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും പറയാം ഏത് ഭാഗത്ത് നോക്കിയിട്ട് എന്ന് പറയാം ഏത് ആംഗിളിൽ നിന്നുകൊണ്ടും പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ ഫുൾ ഫ്രീഡം ആണ് പറയുന്നതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്യാണ് Subject is projecting his unconscious desire, unconscious desire or feeling, uh, motive or need onto this stimulus. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കൃത്യമായിട്ട് റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്ന എന്ന് റെസ്ട്രിക്ട് ചെയ്യാം ഒരു സബ്ജക്റ്റ് കണ്ട് പല സംഭവങ്ങൾ പറയാം എന്ത് വേണമെങ്കിലും പറയാം ഏത് ചെറിയ മൈനർ ആയിട്ടുള്ള പോർഷൻസ് നോക്കി പറയാം മേജർ ആയിട്ടുള്ള പോർഷൻസ് നോക്കി പറയാം ഏത് പോർഷൻസ് വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതേ പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭാഗം മാത്രം നോക്കിയിട്ട് പറയാൻ പാടുള്ളൂ എന്ന് ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് എന്ത് വേണമെങ്കിലും ഏത് രീതിയിലും വേണമെങ്കിലും നോക്കി പറയാം ഓക്കെ ഇനി this is the another second this is the next card that is second card and this card is with this a colour card this card is with black and white and black and white and red color. Yes, what do you see in this card? സെന്ററിൽ ഒരു ഗോപുരം പോലെയൊക്കെ തോന്നുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ഓക്കെ നീ ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ വളരെ എന്താണ് <laughs> സമയം അധികം പിടിച്ച റെസ്പോണ്ട് ഇത് അങ്ങനെ സമയം പിടിച്ച് റെസ്പോണ്ട് ചെയ്യാനൊന്നും ഇതിനകത്തില്ല നമ്മളിത് കാണുന്ന സമയത്ത് എന്താണോ തോന്നുന്നത് അത് പറയുക എന്നുള്ളതാണ് കേട്ടോ ഇനിയും ആ എന്നിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് കാർഡെല്ലാം കാണിച്ചു തന്നിട്ട് പറയാം ഇനി ചോദിക്കണമെന്നില്ല okay Next card, this is the next card, that is the third card, this is the uh, fourth card, then fifth, uh, sixth, then seventh, eighth, ഇവിടെ മുതലാണ് നമ്മൾ കളർ കാർഡ് കൊടുക്കുന്നത് ഇത് എട്ടാമത്തെ കാർഡാണ് this is nine and this is ten okay അപ്പൊ ഇതിന്റെ performance properly as the subject tell what he see in this card and the subject can tell whatever come to his mind and he can see any portion or any portion or any any tiny portion uh, minor details or major details or uh, he can tell uh, by mm, by uh, judging the uh, by judging the all of the uh, figure fi- uh, all of the figure etc ഇത് ഏത് രീതിയിലും പറയാം എങ്ങനെയും പറയാം ഇനി രണ്ടാമത്തെ സ്റ്റെപ്പില് in the second step the subject is asked to tell uh, what portion or why he tell a particular response and he make a particular response ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആരോ ഒരാൾ പറഞ്ഞ പോലെ എന്താണ് നിങ്ങൾ പറഞ്ഞ റെസ്പോൺസിൽ സ്നേക്ക് ഉണ്ട് ആ ലേഡി സ്റ്റാൻഡിങ് വിത്ത് വിങ്സ് എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ എവിടെയാണ് ലേഡി നിങ്ങൾ കാണുന്നത് ഏത് പോർഷനിലാണ് ഫസ്റ്റ് കാണാമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഏത് പോർഷൻസിലാണ് ലേഡി വരുന്നത് ഇനി ഏത് പോർഷൻസിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കാർഡിലാണെങ്കിൽ ഫസ്റ്റ് കാർഡിൽ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത് ഏത് പോർഷനിലാണ് ഇപ്പൊ ഇതിനകത്ത് ലേഡി മിക്കവാറും ചിലപ്പോൾ ഒരു പക്ഷേ ഇതായിരിക്കാം ഞാൻ ഞാൻ വെറുതെ പറയുന്നതാണ് കേട്ടോ പറഞ്ഞ നിങ്ങൾ പറഞ്ഞത് എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഇനി വിങ്സ് എന്ന് പറയുന്നത് ഈ ഭാഗമായിരിക്കും അപ്പൊ ഇത് എവിടെ കണ്ടിട്ടാണ് ഇങ്ങനത്തെ റെസ്പോൺസ് ഉണ്ടായത് എന്ന് ചോദിക്കും അങ്ങനെ ചോദിച്ചതിന് ശേഷം ഓരോ കാർഡിന്റെയും പറഞ്ഞ റെസ്പോൺസ് എത്ര റെസ്പോൺസ് വേണമെങ്കിലും പറയാം എത്ര റെസ്പോൺസ് വേണമെങ്കിലും പറയാം അതുപോലെ തന്നെ ഓരോ പറയുന്നതിനനുസരിച്ച് ഓരോ കടലും എവിടെയാണെന്ന് പറഞ്ഞതിന് ശേഷം ആ പോർഷൻസ് മാർക്ക് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ് അതിന് എൻക്വയറി ഫേസ് എന്ന് പറയുന്നത് ഇതാണ് കാണുന്നുണ്ടോ നിങ്ങൾ ഇതാണ് എന്റെ കയ്യിൽ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ ഫുൾ ടെൻ കാർഡ് ഉള്ളത് ഇതാണ് ഇതിന്റെ ഷീറ്റ് റെസ്പോൺസ് ഷീറ്റ് ഇതാണ് ഓരോ കാർഡ് നമ്മൾ കൊടുക്കും കാർഡ് ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ കാർഡ് കൊടുത്തതിന് ശേഷം ഈ പെർഫോമൻസ് പ്രോപ്പറിൽ പെർഫോമൻസ് പേപ്പറിൽ നമ്മൾ ഇതുപോലെ തന്നെ ഓരോന്നും ഏത് ഭാഗം കണ്ടിട്ടാണെന്ന് പറയാനായിട്ട് ആവശ്യപ്പെടുന്നത് അവിടെ നമ്മൾ മാർക്ക് ചെയ്യും ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള വേറൊരു ഷീറ്റ് ഞാൻ കാണിച്ചു തരാം ഇതാണ് മാർക്ക് ചെയ്തിട്ടുള്ള ഷീറ്റ് ഞാൻ പെൻസിലും കൊണ്ട് മാർക്ക് ചെയ്തേക്കലാണ് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള ഏതൊരു പേഷ്യൻറ്റിൻ്റെയാണിത് അപ്പോൾ ഈ പേഷ്യൻ്റ് വന്നേക്കുന്നതിൻ്റെ ഓരോ പറഞ്ഞതിൻ്റെ ഓരോ റെസ്പോൺസിൻ്റെ മാർക്ക് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഫുള്ളായിട്ട് പറയാം ഫുള്ളായിട്ട് പറയാം ഓൾ പിക്ചർ കണ്ടിട്ട് പറയാം ചിലപ്പോൾ ചില പോർഷൻസ് കണ്ടിട്ട് പറയാം ചിലപ്പോൾ ചിലപ്പോൾ രണ്ട് പോർഷൻസ് ചേർത്ത് വെച്ചിട്ട് പറയാം ഏ രണ്ട് പോർഷൻസ് അടുത്തുള്ള പോർഷൻസ് ചേർത്ത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ദൂരമുള്ള പോർഷൻസ് ചേർത്ത് വെച്ചിട്ടായിരിക്കും എന്ത് വേണമെങ്കിലും പറയും അപ്പോൾ ഇവിടെ ഈ പറയണത് പെർഫോമൻസ് പ്രോപ്പർ എൻക്വയറി ഫേസിൽ പറയുന്നത് ഏത് ഭാഗം കണ്ടിട്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് എന്നുള്ളത് രണ്ടാമത് ഇതിങ്ങനെ ഓരോന്നും പത്ത് കാർഡിനും ഇങ്ങനെ ഓരോന്ന് അടയാളപ്പെടും ഇനി അതുപോലെ തന്നെ ഓരോ കാർഡും ഓരോ കാർഡ് കൊടുക്കുമ്പോഴും എത്ര റെസ്പോൺസ് ആണെന്നുള്ള പോലെ തന്നെ എത്ര സമയം എടുത്തിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് എഴുതി വയ്ക്കുക എന്ന് പറയുന്നത് നമ്മളൊരു കാർഡ് പ്രസന്റ് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യണം സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് റെസ്പോൺസ് എപ്പോഴാണ് പറയണത് എന്നുള്ളത് എഴുതി അതിനെ റിയാക്ഷൻ ടൈം എന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മളൊരു മെറ്റീരിയൽ പ്രസന്റ് ചെയ്ത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ച സമയത്ത് മെറ്റീരിയൽ പ്രസന്റ് ചെയ്തതിന് ശേഷം സബ്ജക്റ്റിനോട് എത്രയും വേഗം പറയാനാണ് ആവശ്യപ്പെടുന്നത് എത്ര സമയത്തിനുള്ളിലാണ് ഇത് പറയുന്നത് അതുപോലെ തന്നെ പത്ത് കാർഡ് പ്രസന്റ് ചെയ്തിട്ട് ടോട്ടൽ ആയിട്ട് എടുക്കുന്ന സമയത്താണ് ഇപ്പൊ നമ്മൾ ടെസ്റ്റ് തുടങ്ങുന്ന സമയത്ത് അതായത് എല്ലാ ടെസ്റ്റിനുള്ളതാണ് ടെസ്റ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഓൺ ചെയ്ത് വയ്ക്കും സ്റ്റോപ്പ് വെച്ച് ഓൺ ചെയ്ത് വയ്ക്കും ഇപ്പൊ ഓരോ കാർഡും ഓരോ കാർഡ് ഇതുപോലെ തന്നെ കൊടുത്തതിന് ശേഷം ഒരു ഓരോ കാർഡ് കൊടുത്തതിന് ശേഷം ഓരോ കാർഡിന്റെ ഫസ്റ്റ് റെസ്പോൺസ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് റെസ്പോൺസ് ചെയ്തു അപ്പൊ രണ്ട് ഇതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ ആണുള്ളത് ആദ്യം ഇതെന്താണെന്ന് പറയാൻ പറയുന്നു രണ്ടാമത് ഏത് ഭാഗം കണ്ടിട്ടാണ് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് അത് മാർക്ക് ചെയ്യപ്പെടും ഇതാണ് ഇതിന്റെ രീതി എന്ന് പറയുന്നത് അപ്പോൾ this the administration procedure for വാക് ink blot test then one unfortunate thing that happened this test uh, test development is this uh, psychiatrist, uh, this uh, uh Rorschach, Herman Rorschach, developed uh, the, his uh, this test in 1921. But next year, he died because of some problem in his stomach. So that he could not adequately develop, properly develop a system for scoring this test. Just develop ചെയ്തതിൻ്റെ പിറ്റേ വർഷം പിറ്റേ വർഷം ഒരു ഒന്നര ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷം at the age of thirty two years he died of appendicitis അന്നത്തെ കേട്ടോ അപ്പൻഡിസൈറ്റിസ് എന്നാണ് ഹിസ്റ്ററിയിൽ എഴുതിയിരിക്കുന്നത് അന്നത്തെ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് എന്ത് എന്ന് പറഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടൊരു സ്കോറിംഗ് സിസ്റ്റം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റാണിത് നമ്മൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാരണം ഇതിൽ സബ്ജക്റ്റിന് എന്ത് വേണമെങ്കിലും പറയാം എന്ത് സബ്ജക്റ്റ് പറഞ്ഞാലും നമ്മൾ അതിന് സ്കോർ ചെയ്യണമെന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ there are different other psychologist developed various testing procedure for for measuring this aspects അപ്പൊ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇദ്ദേഹത്തിന് പറ്റാത്തത് കൊണ്ട് പിന്നെ പല പല സ്ഥലത്തും പല ആളുകളും ഇതിനെ ഈ ടെസ്റ്റ് മെഷർ uh, ചെയ്യാനുള്ള procedure ഇതിന്റെ പ്രൊസീജിയർ ഇതിന്റെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ സോറി സ്കോറിംഗ് ഡെവലപ്പ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടായിരിക്കുന്നതാണ് and from twenties to sixteen sixties of years there are different interpretative system that was developed by different psychologists in different parts of the world. Uh, and the major psychologist who developed the interpretive system for this uh, test is Samuel Beck, Margaret Hertz, Bruno Klopfer, uh, Sigmund Piotrowski and David Rappaport and John Exner, etc. അപ്പോൾ പല ആളുകളും ഈ ഒരു സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്കോറിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തി and among these psychologist John Exner's comprehensive scoring system is widely used all over the world and we also used uh, in India clinical psychologists also use the XNAS system as well as Rapaport uh, system പലരും പല രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ സ്കോറിംഗ് സിസ്റ്റം എന്നാലും മോസ്റ്റ് വേൾഡ് വൈഡ് ആയിട്ട് ഇതിന് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എക്സ്നർട്ടൽ സിസ്റ്റമാണ് ഇതിന് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്കോ റെസ്പോൺസ് നമുക്ക് കിട്ടി റെസ്പോൺസ് കിട്ടിയതിൽ നിന്ന് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കോറിങ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സിസ്റ്റം എന്ന് പറഞ്ഞത് ഇത് ഇപ്പൊ അവിടെ പ്രാക്ടിക്കലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത സമയത്ത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ആ നിങ്ങളുടെ എം എ പി സി ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്തിട്ടുള്ള ഒരു റെസ്പോൺസ് ഷീറ്റാണ് ഈ കാണുന്നത് ഓരോ കാർഡിലും റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാ റെസ്പോൺസ് ഞാൻ വായിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ റെസ്പോൺസ് എടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ സ്കോർ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സ്കോറിംഗ് സിസ്റ്റമാണ് ഞാൻ പറഞ്ഞ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അതിൽ സിസ്റ്റം സിസ്റ്റമാണ് നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് എക്സ്നറ സിസ്റ്റം എന്താണെന്ന് സിസ്റ്റം എന്താണെന്ന് ഡിസ്കസ് ചെയ്യപ്പെടാം okay for scoring this Rorschach ink ഡോട്ട് ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ടുണ്ട് വളരെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ് ലിമിറ്റഡ് ഞാൻ പറയുന്നില്ല എന്നാലും ഇതിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനകത്ത് ഇതിൻ്റെ ജസ്റ്റ് ഡെവലപ്മെന്റ് സംഭവം മാത്രമല്ല ഈ ടെസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജി ഇത് നോക്കി ടെസ്റ്റ് നിങ്ങൾ ഫെമിലറൈസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ആരെങ്കിലും ഈ ടെസ്റ്റിനെ പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് കേട്ടിട്ടില്ല എന്ന് പറയാൻ പാടില്ല കാരണം വൈഡായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടെസ്റ്റാണ് അറ്റ്ലീസ്റ്റ് ഫെമിലറൈസ് ചെയ്തിരിക്കുന്നതാണ് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലില് ഏത് കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് yes so this coding system or coding response system or scoring system Uh, uh, is based on the eight categories that is location developmental quality determinants organizational activity form quality content popular scores ഇത്രയും എട്ട് കാറ്റഗറീനെ ബേസ് ചെയ്തിട്ടാണ് ഇത് സ്കോർ ചെയ്യപ്പെടുന്നത് ഞാനിത് ഓരോന്നും ജസ്റ്റ് uh, ഒന്ന് ഡിസ്കസ് uh, ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് അല്ല ജസ്റ്റ് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു ഫൈവ് മിനിറ്റ്സ് ഉണ്ടോ അല്ലേ ഉണ്ടോ അല്ലേ പിന്നെ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം ലൊക്കേഷൻ എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നമ്മളൊരു റെസ്പോൺസ് കാണുന്ന സമയത്ത് ഹോൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണോ എന്ന് പറഞ്ഞാൽ അത് ഫുൾ ആയിട്ടാണോ ഒരു കാർഡ് കണ്ടതിന് ശേഷം ഫുൾ ആയിട്ടാണോ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു പാർട്ട് കണ്ടിട്ടാണോ അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള ഡീറ്റെയിൽ കണ്ടിട്ടുള്ളതാണോ അങ്ങനെയാണ് അതിനൊരു ലൊക്കേഷൻ ഡെവലപ്മെന്റൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഒരു ഒരു ഫോം നമ്മൾ പറയുന്ന സമയത്ത് സോറി ഒരു ഒരു ഒരു റെസ്പോൺസ് നമ്മൾ പറയുന്ന സമയത്ത് ആ റെസ്പോൺസ് ഇവർ കൊടുത്തിരിക്കുന്ന ഫിഗറുമായിട്ട് അല്ലെങ്കിൽ ഇംപ്ലോയിട്ടായിട്ട് എത്രമാത്രം സിമിലാരിറ്റി ഉണ്ടെന്ന് ഡെവലപ്മെന്റൽ ക്വാളിറ്റി ഡിറ്റർമിനൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണാനായിട്ട് നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് ഡീറ്റെയിൽ ഞാൻ പറയാട്ടോ ഈ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഈ റെസ്പോൺസും ഇതുമായിട്ട് എത്രമാത്രം ഓർഗനൈസ്ഡ് ആണ് ഫോം ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫോം കാണുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റി എത്രത്തോളം കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത് അതാണ് കണ്ടന്റ് ഇനി നമ്മൾ പറയുന്ന response popular popular means majority ആളുകൾ പറയുന്ന റെസ്പോൺസ് തന്നെയാണോ ഒരു സബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യൽ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിന് ചില സ്പെഷ്യൽ സ്കോർസ് ഉണ്ട് ഇത്രയും എട്ട് കാറ്റഗറിനെ പറ്റിയിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഇനി ഇതിന്റെ ആണ് നമുക്കൊരു ഫൈവ് മിനിറ്റ്സ് ഇൻ്റർവലിന് ശേഷം കണ്ടിന്യൂ ഓക്കെ ഇത് ഓരോന്നും ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകണല്ലോ കേട്ടോ കാരണം അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാണ് കേട്ടോ എട്ട് കാറ്റഗറിയുടെയും ഡീറ്റെയിൽസിലേക്കാണ് ഇനി പോകുന്നത് സാധാരണ ഇത് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ scoring we are using some code for the scoring procedure of each response made by the subject. കോഡി ചെയ്യാന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലെറ്ററിലുള്ള ചില അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് കോഡി ചെയ്യാണ് റെസ്പോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്പോൺസിന് എട്ട് കാറ്റഗറിയിലും ഓരോ കാറ്റഗറിയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഡിംഗ് ഉണ്ട് ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഡിംഗ് കൊടുത്തിട്ട് കൊടുത്തിട്ട് എട്ട് കാറ്റഗറിയിൽ കോഡ് ചെയ്താണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എട്ട് കാറ്റഗറിയിൽ കോഡിംഗ് ഉണ്ടായിക്കൊള്ളുന്നില്ല it depends on the response made by the search okay അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോ കാറ്റഗറിയിലും വരുന്ന എട്ട് കാറ്റഗറിയിൽ വരുന്ന ഓരോന്നിന്റെ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇനി നമ്മൾ പോകുന്നത് first one that is location ലൊക്കേഷനിൽ നമ്മൾ കോഡിങ് ലൊക്കേഷൻ വൈസ് നമ്മൾ കോഡ് ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടും നാല് രീതിയിലുള്ള കോഡിങ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോ ആരോ ഒരാൾ ഇങ്ങനെ നിങ്ങളുടെ ആരോ ഒരാൾ ബാറ്റ് പറഞ്ഞു ബാറ്റ് പറഞ്ഞ സമയത്ത് മിക്കവാറും ബാറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഹോൾ റെസ്പോൺസ് ആയിരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ മൊത്തം കണ്ടതിന് ശേഷമാണ് നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ആ എന്റെ കയ്യിലിരിക്കുന്ന ഇത് കാണുന്നുണ്ടോ പേപ്പർ കാണുന്നുണ്ട് ആ ഓക്കെ അപ്പൊ ഇവിടെ ഹോൾ റെസ്പോൺസ് എന്ന് പറയുന്നത് ഞാൻ ഈ എന്താണ് സ്ലൈഡിലേക്ക് തിരികെ പോകണ്ടെന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഈ ഓൾ റെസ്പോൺസ് എന്ന് പറയുന്ന സമയത്ത് ഇത് മൊത്തം ഇനി ഡി എന്ന് പറയുന്നത് common details for example wings അല്ല ഇതിന്റെ ഈ സൈഡിൽ കണ്ടോ ഈ വിങ്സ് മാത്രം നമ്മൾ പറയുകയാണെങ്കിൽ വിങ്സ് ഒരു കോമൺ ഡീറ്റെയിൽ ആണ് D D means uncommon detail ശ്രദ്ധിക്കപ്പെടാത്ത ചില ഡീറ്റെയിൽസ് ഉണ്ടാകാം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാത്ത ചില ഡീറ്റെയിൽ അൺകോമൺ ഡീറ്റെയിൽസ് ഇനി എസ് എന്ന് പറയുന്നത് use of white space white space അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വൈറ്റ് സ്പേസിനെ ഈ പറയുന്ന കോഡിങ്ങിനോട് ചേർത്ത് എഴുതണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ നോക്കും സോറി ഈ ഫസ്റ്റ് തന്നെ നോക്കും ഈ ഫസ്റ്റ് തന്നെ നോക്കുന്ന സമയത്ത് ഇതിന്റെ സെന്ററിൽ ഈ സെന്ററിൽ വൈറ്റ് സ്പേസ് ചില ആൾക്കാർ റെസ്പോൺസ് പറയുന്ന സമയത്ത് ഈ വൈറ്റ് സ്പേസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം ചില ആളുകൾ പറയുന്ന സമയത്ത് വൈറ്റ് സ്പേസ് ഉണ്ടാവണമെന്നില്ല ഫോർ എക്സാമ്പിൾ വൈറ്റ് സ്പേസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരാൾ പറയാണ് ബാറ്റ് വിത്ത് ഫോർ ഐസ് എന്ന് പറയുന്ന സമയത്ത് that mean white space is include in that response അപ്പൊ നമ്മൾ ഈ ഡബ്ല്യൂനോട് സോറി ആ കോഡിങ്ങിനോട് ചേർത്ത് എസ് കൂടി എഴുതണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബാറ്റ് വിത്ത് ഫോർ ഐസ് എന്ന് പറഞ്ഞ സമയത്ത് ഡബ്ല്യു എന്ന് പറയുന്ന ലൊക്കേഷനിലെ ഹോൾ പിക്ചറും എസ് എന്ന് പറയുന്ന ഇൻക്ലൂഷൻ ഓഫ് വൈറ്റ് സ്പേസ് അപ്പൊ ഡബ്ല്യു എസ് അങ്ങനെയാണ് ലൊക്കേഷൻ ബേസ് ഇതിന്റെ category then comes the developmental quality developmental quality that reflect cognitive processes mental complexity, and flexibility. Possibilities for uh, developmental qualities, synthesized response that is uh, gi- that, uh, given by the uh, coding of plus. Plus എന്ന് പറയുന്ന റെസ്പോൺസ് പ്ലസ് എന്ന് പറഞ്ഞ coding synthesis response synthesis response പറഞ്ഞാൽ two or more object separated but related at least one of the object has a specific form demand ഒരെണ്ണത്തില് ഒരു ഇതിനകത്ത് രണ്ടെണ്ണം നമ്മൾ പറയണം സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് പ്ലസ് ആയിരുന്ന രണ്ടെണ്ണം അങ്ങനെ മിനിമം രണ്ടെണ്ണം അങ്ങനെ പറഞ്ഞിരിക്കണം അതിനകത്ത് ഒരെണ്ണം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫോം എഴുതായിരിക്കണം ഫസ്റ്റ് റെസ്പോൺസിൽ ഒരാൾ പറയാണ് രണ്ട് വേർഡ്സ് വന്നിട്ട് വേറൊരു അതിന്റെ അതിന്റെ ആ വേറൊരു ബേർഡ്സിനെ രണ്ട് ബേർഡ്സ് വന്നിട്ട് എടുത്തു കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന സമയത്ത് സെൻട്രലിലുള്ളത് ഒരു ബേർഡും മറ്റത് രണ്ടതും may be it's parents parents വന്നിട്ട് അതിനെ എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് അത് സിന്തസൈസ്ഡ് ആണ് അപ്പോൾ അവിടെ ടു ഓർ മോർ റെസ്പോ ഒബ്ജക്ട്സ് സെപ്പറേറ്റ് പാരൻസ് ആണ് അതുപോലെ തന്നെ വേറൊരു അവന്റെ കുഞ്ഞാണ് പക്ഷേ അതിനെല്ലാം തന്നെ സ്പെസിഫിക് ആയിട്ട് ഡിമാൻഡ് അങ്ങനെ വരുന്ന സമയത്ത് ഡെവലപ്മെന്റ് ക്വാളിറ്റി പ്ലസ് കൊടുക്കണം ഇനിയും വി സ്ലാഷ് പ്ലസ് എന്നുള്ളത് വേഗ് റെസ്പോൺസ് സിന്തസൈസ്ഡ് റെസ്പോൺസ് പ്രത്യേകിച്ച് ഫോം ഒന്നുമില്ല ഡിമാൻഡ് ഒന്നും തന്നെ ഇല്ല എന്നാൽ ഫോം ഒരു പർട്ടിക്കുലർ ഫോം പറയുന്നില്ല വേഗമായിട്ടുള്ള ഫോമാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് പറയാണ് രണ്ട് രണ്ട് ബേർഡ്സ് വന്നിട്ട് എന്തോ സാധനം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പക്ഷെ അത് എന്താണെന്ന് അറിയാൻ പാടില്ല അപ്പോൾ അവിടെ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഒരു പ്രത്യേകിച്ച് രീതിയിലുള്ള ഫോം അതിനില്ല അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വി പ്ലസ് കൊടുക്കും ഇനി O means ordinary response response with specific form demand ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ ബാറ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഓർഡിനറി റെസ്പോൺസ് ആരും പറയുന്ന റെസ്പോൺസ് ആണ് ഓ എന്ന് പറയുന്നത് അല്ല സോറി ഓ ബാറ്റ് എന്ന് ഇനി വി എന്ന് പറയുന്നത് vague responses for example if a persons a ഈ will in responding to the first card or love ഇത് കണ്ടിട്ട് എനിക്ക് ലവ് ആണ് തോന്നുന്നു എങ്ങനെ പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് അതിനകത്തൊന്നും എന്താണ് ഡെവലപ്മെന്റ് ക്വാളിറ്റി ഒന്നും തന്നെ ഇല്ല ഒരു ഇങ്ങോട്ട് കണ്ടിട്ട് എനിക്ക് ലവ് ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അഗ്രഷൻ ആണെന്ന് തോന്നുന്ന സമയത്ത് that is a vague respond so in that case V is given as the code. In him, determinants means to provide information concerning the complex perceptual cognitive process that has produced the uh, responses. A uh, develop uh, determinants than a palari read determinants are in another or other. Determinants is again divided into form, movement, color, shading, and symmetry. മൂന്ന് classes ക്ലാസ്സസ് ഉണ്ട് ആ ക്ലാസ്സിൽ പറഞ്ഞ അഞ്ചെണ്ണം വരും ഫോം വരും മൂവ്മെന്റ് വരും കളർ വരും ഷെയ്ഡിങ് വരും സിമിട്രി ഇനി ഓരോന്നും നമ്മൾ ഈ ഫോം എന്താണ് മൂവ്മെന്റ് എന്താന്ന് പറയാം കേട്ടോ ഫോം എന്ന് പറയുന്നത് form is coded by F using only the form or shape features of the ink blot but that is a form response no movement involve and rarely seen in blend പ്രത്യേകിച്ച് മൂവ്മെന്റ് ഒന്നും തന്നെയില്ല ഇത് കണ്ടിട്ട് ഒരു ആയിട്ട് നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് തോന്നുന്നു ബട്ടർഫ്ലൈ ആയിട്ട് തോന്നുന്ന സമയത്ത് എന്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ഫോം ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഫോം മാത്രം അപ്പോൾ എഫ് എന്ന് പറഞ്ഞ കോഡ് കൊടുക്കുക ഇനി ചില റെസ്പോൺസ് ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ കളർ റെസ്പോൺസ് ഉണ്ട് കളർ തന്നെ ക്രൊമാറ്റിക് കളറിലുള്ളതുകൊണ്ട് അക്രോമാറ്റിക് കളർ ഉണ്ട് അക്രോമാറ്റിക് ക്രൊമാറ്റിക് എന്നാണ് നമ്മൾ സാധാരണ കളർ എന്ന് ഉപയോഗിക്കുന്നത് അക്രോമാറ്റിക് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ക്രൊമാറ്റിക് കളർ തന്നെ പല രീതിയിലുള്ള കോഡിംഗ് ആണ് കൊടുക്കുന്നത് സി എന്ന് പറയുന്നത് pure colour response only the chromatic colours with no form aspect report വെറുതെ കളറ് മാത്രം പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു കളറിന് പർട്ടിക്കുലർ റെസ്പോൺസ് ഒന്നും ഇല്ല വെറുതെ കളർ മാത്രം പറയുന്നു പ്യുവർ ആയിട്ടുള്ള കളർ റെസ്പോൺസ് സി എഫ് ഈസ് കളർ ഫോം ദാറ്റ് ഈസ് പ്രൈമറി ബേസ്ഡ് ഓൺ ദി ക്രോമാറ്റിക് കളേഴ്സ് ഫോം സെക്കൻഡ് കളറ് കണ്ടിട്ട് റെസ്പോൺസ് പറയുന്നു ഫോം എന്ന് പറയുന്നത് സെക്കൻഡറി ആയിട്ട് പറയാനാണ് ഇപ്പൊ നമ്മളെ രണ്ടാമത്തെ കാർഡില് ഫോർ എക്സാമ്പിൾ നമ്മളെ രണ്ടാമത്തെ കാർഡ് കാണുന്ന കാണുന്ന സമയത്ത് മുകളിലുള്ള ഒരു റെഡിന്റെ ഒരു ഷേപ്പ് ഉണ്ട് ആ റെഡിന്റെ ഷേപ്പ് ഈ ഈ കാർഡ് കേട്ടോ ഇതാണ് അല്ല സോറി മൂന്നാമത്തെ കാർഡ് ആ രണ്ടാമത്തേലും കളർ ഉണ്ട് ഇതിവിടെ രണ്ട് റെഡ് ഷേപ്പിലാണുള്ളത് ഞാൻ കാർഡ് കാണിക്കാൻ നിങ്ങൾക്ക് ഈ രണ്ട് റെഡ് ഷേപ്പിലുള്ള കളർ കണ്ടതിന് ശേഷം പറയാണ് ഒരാൾ പറയാം റെഡ് ഹാറ്റ് എന്ന് പറയുന്ന സമയത്ത് റെഡ് ഹാറ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ കളറിനാണ് ഇമ്പോർട്ടൻസ് ഹാറ്റ് എന്ന് പറയുന്ന ഫോം രണ്ടാമത് വരുന്നു ഇൻ സച്ച് കേസ് യു ഹാവ് ടു ഗീവ് ദി കോഡ് സി എഫ് ഇനി തിരിച്ചു വരാം എഫ് സി വരാം എഫ് സി എന്ന് പറയുന്ന സമയത്ത് ഫോം ഈസ് ഇമ്പോർട്ടൻറ്റ് കളർ ഈസ് സെക്കൻഡ് കളർ സെക്കൻഡറി ആയിട്ട് പറയാം ഏഹ് അപ്പൊ ഇപ്പൊ തന്നെ ഹാറ്റ് എന്തോ ഒരു കളറിലുള്ള ഹാറ്റാണെന്ന് പറയുന്ന സമയത്ത് ഹാറ്റിനാണ് ഇമ്പോർട്ടൻസ് കളറിന് സെക്കൻഡറി വരുന്നത് അപ്പൊ അത്തരത്തിലുള്ള കേസിൽ എഫ് ആദ്യം കൊടുക്കുക സി രണ്ടാമത് കൊടുക്കുക then C N that is colour naming chromatic colour of the ink response dots are identified by names such as this is red yellow blue ഇപ്പൊ ഒരു റെഡ് ഒരു കളർ കാർഡ് കൊടുക്കുന്ന സമയത്ത് ഒരു സബ്ജക്റ്റ് പറയാണ് ഇത് വെറുതെ റെഡ് കളർ അല്ലേ എന്ന് പറയുന്ന സമയത്ത് വെറുതെ കളർ നെയിമിങ് മാത്രമേ ഉള്ളൂ ഇത് കണ്ടിട്ട് എനിക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നുന്നു ദിസ് ഈസ് റെഡ് അല്ലെങ്കിൽ ദിസ് ഈസ് ബ്ലാക്ക് എന്ന് പറഞ്ഞ സമയത്ത് കളർ നെയിമിങ് മാത്രം അപ്പൊ സി എന്ന് കൊടുക്കും ഇനി അക്രോമാറ്റിക് കളർ എന്ന് പറഞ്ഞാൽ black and white colour black and വൈറ്റോ ഗ്രേ കളറാണ് അക്രോമാറ്റിക് എന്ന് അതിൽ തന്നെ സി ഡാഷ് ഉണ്ട് സി ഡാഷ് എന്ന് പറഞ്ഞാൽ pure achromatic response using only black white and grey features of the blot no form is involve for example it is all black like a like at night രാത്രി പോലെ മൊത്തം കറുപ്പായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഫോം ഒന്നും തന്നെ ഇല്ല എന്താണ് ഞങ്ങൾക്ക് തോന്നണമെന്നൊന്നുമില്ല പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത ഫോം ഇല്ലാത്തത് കൊണ്ട് സി ഡാഷ് കൊടുക്കാം ഇനി സി ഡാഷ് എഫ് എന്ന് പറഞ്ഞ സമയത്ത് primarily based on black and white grey form is second കളറാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത് ഇപ്പൊ കറുത്ത ഒരു കറുത്ത ഒരു കിളി എന്ന് പറഞ്ഞ സമയത്ത് കറുപ്പാണ് ആദ്യം വരുന്നത് ഇപ്പൊ സി ഡാഷ് കൊടുത്തതിന് ശേഷം രണ്ടാമത് വരുന്ന ബേർഡ് എന്ന് പറയുന്നത് രണ്ടാമത് വരുന്ന ഫസ്റ്റ് ഗീവ് ദി എഫ് ഇനി തിരിച്ച് ഇതുപോലെ തന്നെ mainly response is in the form of form colour is second കെണ്ടി വരുന്ന സമയത്ത് എഫ് ആദ്യം കൊടുക്കുക ഫോം കൊടുക്കും ഇപ്പോ എന്താണ് കിളിയുടെ രൂപം ആ കിളിക്ക് കറുപ്പാണെന്ന് തോന്നുന്നു എന്ന് പറയുന്ന സമയത്ത് F is primary colour is second അപ്പൊ ഈ രീതിയിലുള്ള കോഡിംഗ് ആണ് അക്രോമാറ്റിക് കളറിനും ക്രോമാറ്റിക് കളറിനും കൊടുക്കേണ്ടത് ഇനി വരുന്നത് ഇത് നോക്ക് ഇതിപ്പോ ഞാൻ ഇതിന്റെ പറയാൻ വേണ്ടിയിട്ട് കാണിച്ചു തരണം ഇപ്പൊ ഇവിടെ നോക്കൂ ഇവിടെ ഗ്രേ കളർ ഉണ്ട് ഇതിൽ ഗ്രേ കളർ ഉണ്ട് അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളർ ഉണ്ട് പിന്നെ ഷെയ്ഡഡ് ആയിട്ടുള്ള ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാം തന്നെ പല രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കുള്ളൂ സബ്ജക്റ്റ് പറയാൻ സാധ്യതയുള്ളത് ഇനി ഷെയ്ഡിങ് ഷെയ്ഡിങ് കാണിക്കാനാണ് ഞാൻ ഇത് കാണിച്ചത് ഷെയ്ഡിങ് വരാം using light and dark features of the texture inkblot to suggest a particular texture such as rough or furry ഇപ്പൊ ഇതിന്റെ കാല് കണ്ടിട്ട് ഫോർ എക്സാമ്പിൾ ഇതിന്റെ കാല് കണ്ടിട്ട് ഫ്യൂറി ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് പറയുന്ന ഒരു റെസ്പോൺസ് ആണെങ്കിൽ ഷെയ്ഡിങ് നോക്ക് അല്ലെങ്കിൽ ഇത് ഇവിടെ കണ്ടിട്ട് വളരെ റഫ് ആയിട്ടുള്ള സംഭവം അല്ലെങ്കിൽ ഇവിടെ കണ്ടിട്ട് വളരെ റഫ് ആയിട്ട് തോന്നുന്നു വളരെ റിജിഡ് ആയിട്ട് തോന്നുന്നു ഈ ഭാഗം കണ്ടിട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഷെയ്ഡിങ് ആണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത് അപ്പൊ ഷെയ്ഡിങ് റെസ്പോൺസിൽ തന്നെ പി എന്ന് പറയുന്ന കോഡിംഗ് ഉണ്ട് that means pure texture shading components of the board use to suggest texture or factual quality ഇപ്പൊ ഇത് കണ്ടിട്ട് ഇപ്പൊ ഈ ഭാഗം കണ്ടിട്ട് പറയാണ് ഈ ഭാഗം കണ്ടിട്ട് പറയണം നല്ല നനുത്ത രോമമുള്ള ഒരു മൃഗം എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് രോമമുള്ള ഒരു മൃഗം എന്ന് പറയുന്ന സമയത്ത് അവിടെ ടെക്സ്ചറിനാണ് ഇമ്പോർട്ടൻസ് ഷെയ്ഡിങ് ആണ് വന്നിട്ടുള്ളത് പക്ഷെ ടെക്സ്ചർ മാത്രമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇനിയും P F response with the shading component interpreted as texture or tactile form of the secondary importance നനനനത്ത രോമമുള്ള ഒരു മൃഗം എന്ന് പറയുന്ന സമയത്ത് ടി ആദ്യം വരുന്നു ടെക്സ്ചർ വരുന്നുണ്ട് രണ്ടാമതാണ് അനിമൽ വരുന്നത് അപ്പൊ എഫ് രണ്ടാമത് വരുന്നു ഇനി എഫ് ടി ഫോം ആദ്യം വരുന്നു ടെക്സ്ചർ രണ്ടാമത് വരുന്നു ഫോം ഒരു ഒരു എന്താണ് ഒരു ഒരു ഇതിനകത്ത് ഒരാൾ പറയാണ് ഒരു പട്ടി ആണ് ഇതിനകത്ത് കാണുന്നത് പട്ടീനെ കാണുന്നു പക്ഷെ പട്ടിക്ക് പറഞ്ഞ രീതിയിൽ വളരെ വളരെ എന്താണ് നല്ല രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നുള്ള ഹെയറുള്ള ഒരു മൃഗം എന്ന് പറയുന്ന സമയത്ത് ഫോം ഫസ്റ്റ് വരുന്നത് ടെക്സ്ചർ രണ്ടാമത് അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ എന്നാണ് എഫ് ആദ്യം കൊടുക്കുക ടെക്സ്ചർ രണ്ടാമത് കൊടുക്കുക ഇനിയും ഇതുപോലെ തന്നെയാണ് ഇതിൽ തന്നെ ചില ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് വളരെ റഫായിട്ട് ടെക്സ്ചർ ഫീൽ ചെയ്യാൻ പറ്റും ഇപ്പൊ ഇവിടെയൊക്കെ ടെക്സ്ചർ ഫീൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ ഷെയ്ഡിങ്ങിന്റെ ടെക്സ്ചർ ഫീൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചില സ്ഥലത്ത് നമുക്ക് വളരെ റഫായിട്ട് തോന്നാം ഇതിപ്പോ ഒരു ഒരു അമ്പായിട്ട് ഒരാൾ പറയുകയാണെങ്കിൽ ഈ ഭാഗം ഒരുപക്ഷെ റഫായിട്ട് തോന്നുക അല്ലെങ്കിൽ ഈ ഭാഗം കണ്ടിട്ട് ഒരാൾ പറയാണ് എന്തോ എങ്ങനെ എന്താണ് അയൺ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള എന്താണ് വെപ്പണിന്റെ എന്തൊരു രൂപം പോലെ ആണ് ഒരാൾ പറയുന്നതെങ്കിൽ ടെക്സ്ചറിനാണ് ഷെയ്ഡിങ്ങിൽ അവിടെ ടെക്സ്ചറിനാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനിയും ഷെയ്ഡിങ്ങിൽ തന്നെ വേറെ കാറ്റഗറി ഉണ്ട് that is vista response V is the code for pure vista response that response use in the shading components of the inkblot size depth or dimensionality without form ഇപ്പോ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഭാഗം കണ്ടിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ കണ്ടിട്ടുണ്ട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു കേവ് ആണെന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ ഈ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പ്യുവർ വെസ്റ്റാർ റെസ്പോൺസ് ആണ് ഡയമെൻഷൻ തോന്നിക്കാണ് ഒരു തേർഡ് ഡയമെൻഷൻ തോന്നിക്കാണ് അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടി ഇതിങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് നിൽക്കുന്നു പറയുന്ന സമയത്ത് അവിടെ പ്യുവർ വിസ്റ്റാർ റെസ്പോൺസ് ആണ് ഉണ്ടാവും ഇനിയും വി എഫ് എന്ന് പറയുന്നത് വിസ്ത ഫോം എന്ന് പറയുന്നത് shading components of interpreter or depth or dimensionality form are include and sorry depth is important form is secondary secondary ആയിട്ട് ഫോം വരുന്നു ഡയമെൻഷൻ ആണ് ഡെപ്ത് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഒരു എന്താണ് ഒരു ടെൻറ്റ് കെട്ടിയിരിക്കുകയാണ് അപ്പൊ ടെന്റ് കെട്ടിരിക്കുന്ന സമയത്ത് ടെന്റിന്റെ ഈ ഭാഗം കാണുന്നത് മുകളിലെ ഭാഗമാണെന്ന് പറയുന്ന സമയത്ത് ടെന്റ് ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ് ടെന്റ് വലിച്ചു കെട്ടിയിരിക്കുന്ന സമയത്ത് നമുക്ക് അതിന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡയമെൻഷാലിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും താഴെയുള്ള ഒരു സ്ട്രക്ചർ മുകളിലേക്ക് ഒരു വരുന്ന സ്ട്രക്ചർ അപ്പോൾ അങ്ങനത്തെ ഉള്ള സാഹചര്യത്തിൽ എന്താണ് ഈ ടെക്സ്ചർ കണ്ടിട്ടാണ് സോറി ഫോം കണ്ടിട്ടാണ് പറയുന്നത് അപ്പോൾ അവിടെ എഫ് ആദ്യം കൊടുക്കുക വി എന്നുള്ളത് രണ്ടാമത് കൊടുക്കുക ഇനി തിരിച്ചാണെങ്കിൽ ഈ ഡയമെൻഷൻ ആണ് ആദ്യം പറയുന്നതെങ്കിൽ ഫോം രണ്ടാമതാണ് പറയുന്നതെങ്കിൽ വി എഫ് കൊടുക്കുക എന്നുള്ളത് അതാണ് അതിന്റെ രീതിയിലുള്ള സ്കോറിംഗ് സോ അപ്പൊ റിഫ്ലക്ഷൻ അതാണ് ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മൂവ്മെന്റ് ആണ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗറിൽ മൂവ്മെന്റ് ചിലപ്പോൾ ഫീൽ ചെയ്യാം ചില സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ മൂവ്മെന്റ് തന്നെ മൂന്ന് കാറ്റഗറി ആണുള്ളത് human movement that with respond with human activity ഇപ്പോ രണ്ടുപേര് തമ്മിൽ ക്ലാപ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് ആ ക്ലാപ്പിംഗ് എന്ന് പറയുന്നത് that's a movement human movement ആണ് അപ്പോൾ എം ആണ് കൊടുക്കുന്നത് ഈ എഫ് എം എന്ന് പറഞ്ഞ ആനിമൽ മൂവ്മെന്റ് രണ്ട് ബേർഡ്സ് വന്നിട്ട് ബേർഡ്സിന് ആനിമലിലാണ് പെടുത്തിയിരിക്കുന്നത് ബേർഡ്സ് വന്നിട്ട് അതിന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു അപ്പോൾ in that F M is given capital F M is then M means inanimate movement animated അല്ലാത്ത ചില മൂവ്മെന്റ് ഒരു പക്ഷേ ഉണ്ടാക്കാം അത്തരത്തിലുള്ള കാര്യത്തിലാണ് ഇനാനിമേറ്റ് മൂവ്മെന്റ് ഇപ്പൊ rocket is moving for example ഒരാൾ പറയാണ് ഈ സെക്കൻഡ് കാർഡ് കണ്ടിട്ട് ഹാറ്റ് കണ്ടിട്ട് പറയുകയാണ് റോക്കറ്റ് മൂവ്മെന്റ് പോലെ എന്ന് പറയുന്ന സമയത്ത് inanimate movement rocket inanimate object that is the uh, coding of the movement organisational organizational activity organizational organisational activity സാധാരണ രീതിയിൽ ഡബ്ല്യു എന്ന് പറയുന്നത് കോഡ് ചെയ്യണം ഒരു റെസ്പോൺസിൽ പ്ലസ് ഡെവലപ്മെന്റ് ക്വാളിറ്റി ഓ അല്ലെങ്കിൽ ബി സ്ലാഷ് പ്ലസ് വരുന്ന സമയത്ത് ഡബ്ല്യു എന്ന് പറയുന്ന ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി ഇസഡ് എന്ന് പറയുന്ന കോഡിങ് കൊടുത്തിരിക്കണം ഇനി രണ്ടാമത് വരുന്നത് രണ്ടാമത് വരുന്നത് അഡ്ജസ്റ്റ് ഡീറ്റെയിൽ തൊട്ടടുത്തുള്ള ഡീറ്റെയിൽസ് എന്ന് വരുന്ന സമയത്ത് ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി ഇസഡ് കൊടുത്തിരിക്കണം adjust details response meaningfully integrate to or more adjust detail ഇപ്പോൾ ഒരാൾ ഒരാളുടെ ഒരാൾ ഒരാളുടെ കൈ പൊക്കി കൊണ്ടുപോകുന്നു എന്ന് വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആണ് അല്ലെങ്കിൽ non adjacent detail that is response meaningfully integrate to or more non adjacent detail തൊട്ടടുത്തുള്ള രണ്ട് ഒബ്ജക്റ്റ് ആയിരിക്കുമെന്നില്ല പക്ഷേ ഏതെങ്കിലും രീതിയിൽ മീനിഫുൾ ആയിട്ട് അത് റിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള non adjust detail white space is integrated with other parts of the inkblot ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് സ്പേസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓർഗനൈസേഷണൽ ആക്ടിവിറ്റിയിൽ ഇസഡ് എന്ന് പറഞ്ഞ സംഭവം ചെയ്തിരിക്കും ഇനിയുള്ളത് കണ്ടന്റ് ആണ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് നമ്മൾ ഈ റെസ്പോൺസ് ആയിട്ട് പറയുന്നത് അതിനെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതിന്റെ കാറ്റഗറൈസേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് എച്ച് ഫോർ ഹോൾ ഹ്യൂമൻ ഒരു വ്യക്തി ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് H H in bracket is whole human but fictional or mythological ഇപ്പൊ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഫിക്ഷനിലാണ് ഇപ്പൊ മിത്തോളജിക്കലായിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേര് പറയുന്ന സമയത്ത് ഇപ്പൊ എനിക്കിത് കണ്ടിട്ട് ക്രൈസ്റ്റിനെ പോലെ തോന്നിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് എച്ച് ഇൻ ബ്രാക്കറ്റ് ആണ് കൊടുക്കേണ്ടത് ഓൾ ഹ്യൂമൺ ആണ് ബട്ട് മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സ് ഇനി H D means human details ഏതെങ്കിലും ഒരു ഹ്യൂമന്റെ ഏതെങ്കിലും ഒരു പാർട്ട് ഇപ്പൊ കൈ എന്ന് പറയുന്ന സമയത്ത് ഇനി H D in bracket that means human details fictional fictional human details ഏതെങ്കിലും ഒരു ഒരു ഒരു പറഞ്ഞ മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സിന്റെ ഏതെങ്കിലും ഒരു part H X means human experience ഇപ്പൊ രണ്ട് പേര് തമ്മിൽ ലവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ സമയത്ത് അത് എക്സ്പീരിയൻസ് ആണ് അപ്പൊ അത്ര സാഹചര്യം എച്ച് എക്സ് എന്ന് ഇനി എ മീൻ ഹോൾ അനിമൽ അനിമൽസിന്റെ റെസ്പോൺസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എ കൊടുക്കണം A in dash whole animal mythological mythological ആയിട്ടുള്ള പല അനിമൽസും ഉണ്ട് എല്ലാ റിലീജിയനിലും മിത്തോളജിക്കൽ ആയിട്ട് അനിമൽസിനെ പറയുന്നുണ്ട് അപ്പൊ അത് കൊടുക്കുക A D means animal details ഏതെങ്കിലും ഒരു ഭാഗം ഇപ്പൊ പക്ഷിയുടെ ചിറക് എന്ന് പറയുന്നത് വിങ്സ് ഓഫ് എ ബേർഡ് എന്ന് പറയുന്ന സമയത്ത് A D is the coding A D in bracket that is animal detail in mythological ആയിട്ട് A N that means anatomy like skeletal muscular organ or other internal structure so for example if a person says the heart uh, to a respo- to the, to this uh, one of the stimuli that is uh, given as the code AIM. Then art means paint art that is uh, art painting, drawing, illustration. AY means anthropology. Anthropology എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു അറിയപ്പെടുന്ന ഒരു പട്ടണത്തിലുള്ള ഒരു മോണ്യുമെന്റ്സ് ഇപ്പൊ താജ്മഹൽ എന്ന് പറയുന്നത് ഒരു ഒരു ഒരു റെസ്പോൺസ് സോറി ഒരു റെസ്പോൺസിൽ താജ്മഹൽ വരുന്ന സമയത്ത് ദാറ്റ് ഇസ് എ ഒബ്ജക്ട് ഇൻ അവർ ആന്ത്രോപോളജി ദെൻ ബ്ലഡ് ദാറ്റ് ഇസ് കോഡിംഗ് ഇസ് ബി എൽ ബി ടി ദാറ്റ് ഇസ് ബോട്ടണി പ്ലാന്റ് പ്ലാന്റ് ലൈഫ് പാർട്സ് ഓഫ് ദി പ്ലാന്റ് എക്സെട്ര ദെൻ സി ജി മീൻസ് ക്ലോത്തിങ് ഹാറ്റ് ഫോർ എക്സാമ്പിൾ ഹാറ്റ് എന്ന് പറയുന്ന സി ജി എന്ന് ഓർക്കുക എനി ആർട്ടിക്കിൾ ഓഫ് ക്ലോത്തിങ് ദെൻ സി എൽ ഈസ് ക്ലൗഡ്സ് ഇ എക്സ് ഈസ് എക്സ്പ്ലോഷൻ ബോംബ് എക്സ്പ്ലോഷൻ നടക്കുന്നു അല്ലെങ്കിൽ ഫയറിങ് ഒരു തോക്കിൽ നിന്ന് ഇങ്ങനെ എന്താണ് വെടി ഉതിർക്കുന്ന ഒരു അവസ്ഥ എക്സ്പ്ലോഷൻ ആണ് fire means fire according F I fire or smoke F I കൊടുക്കുക food that is coding is F D G means geography മാപ്പോ ജനറൽ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലം L S is landscape nature that is N A H S means house holder object for example furniture in house table chair then science anything associated with or product of science for example computer computer is the product of the science അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സയൻസ് എന്ന് പറയുന്ന സംഭവം എസ് സി e കൊടുക്കുക uh, SX means sex, organ or activity. SX is usually scored as secondary content. Primary content is typically H human beings എന്ന രീതിയിലായിരിക്കുള്ളൂ പലപ്പോഴും വരാൻ സാധ്യതയുള്ളത് അപ്പോൾ ഓർഗൻ സെക്ഷൽ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ സെക്ഷൽ ഓർഗൻ വരുന്ന സമയത്ത് പ്യുവർ എസ് എക്സ് കൊടുക്കാൻ സാധ്യത കുറവാണ് എച്ച് എക്സ് എന്ന രീതിയിൽ എസ് എക്സ് കൊടുക്കാം എസ് എക്സ് കൊടുക്കാം അല്ലെങ്കിൽ എച്ച് കഴിഞ്ഞതിന് ശേഷം എസ് എക്സ് കൊടുക്കാം X Y that is X-ray X-ray വേദനൊരു കണ്ടെടുത്തൊരു എക്സ്റേ ആണെന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എം ആർ ഐ സ്കാനിന്റെ റിപ്പോർട്ടാണ് പറയുന്ന സമയത്ത് X Ys so these are the different kinds of coding for the coding for the content അപ്പൊ ഇത്രയാണ് ഇത് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ അതിന്റെ കോഡിംഗ് സിസ്റ്റം ഇത്രയേ ഉള്ളൂ ഈ കോഡിംഗ് വച്ചതിന് ശേഷം ഓരോന്നിനും നമ്മൾ കോഡിംഗ് കൊടുക്കും ഓരോന്ന് കോഡിംഗ് കൊടുത്തതിന് ശേഷം ആ കോഡിംഗ് കൊടുത്തതിന് ശേഷം പിന്നെ അതിന്റെ കുറച്ച് ഇതുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോ ഞാൻ നേരത്തെ കാണിച്ച അവിടെ ചെയ്തെന്ന് പറഞ്ഞത് പണ്ടെന്നോ ചെയ്തതാണ് ഇതിനകത്ത് റെസ്പോൺസും കോഡിംഗും ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഞാൻ സ്ലൈഡ് കാണിച്ചു തരാം റെസ്പോൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോന്നിനും ഓരോ റെസ്പോൺസിനും ഓരോ കോഡിങ് കൊടുക്കുന്നു ഓരോ കോഡിങ് കൊടുത്തതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നു എന്നുള്ളതാണ് yes oh sorry special scoring പറഞ്ഞില്ല കേട്ടോ സോറി സ്പെഷ്യൽ സ്കോർ എന്ന് പറയുന്നത് പോപ്പുലർ റെസ്പോൺസിന് പി കൊടുക്കുക ഡിവൈൻഡ് വെർബലൈസേഷൻ ഡിവൈൻഡ് വെർബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓൾഡ് ലാംഗ്വേജ് ചില ആൾക്കാർ പുതിയ ഒബ്ജക്റ്റിനെ പറയും that is neologism deviant response deviant response എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് പ്രൈസ് ഒക്കെ ഉപയോഗിച്ചിട്ട് റെസ്പോൺസിനെ ഡിവേറ്റ് ചെയ്യപ്പെടുന്നത് ഇൻകോൺഗ്രുവൻസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇൻകോം that is a frog with a with moustache അങ്ങനെ പറയുന്ന സമയത്ത് ഇൻകോൺഗ്രുവൻ്റ് റെസ്പോൺസ് ആണ് inappropriate logic strain reason to justify the answer നമ്മൾ ചോദിക്കുന്ന സമയത്ത് ജസ്റ്റിഫൈ ചെയ്തിട്ട് വരുന്നു ഒരു റെസ്പോൺസിനെ അതിനാണ് അലോഗ് എന്ന് പറയുന്നത് ദെൻ കൺഫാബുലേഷൻ കൺഫാബുലേഷൻ എന്ന് പറഞ്ഞ subject initially focusing on detail of the include then he generalise a response based on that details to a larger area ഏതെങ്കിലും ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് ആയിരിക്കും പറയുന്നത് അതിനുശേഷം പിന്നെ പിന്നെ നമ്മൾ രണ്ടാമത് ചോദിക്കുന്ന സമയത്ത് ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് അതിനെ തന്നെ വലുതാക്കിയിട്ട് മൊത്തം പിക്ചർ അത് തന്നെയെന്ന് പറയാണ് ഇപ്പൊ ഒരു ഒരു ചെറിയൊരു ഡോട്ട് കണ്ടതിന് ശേഷം ഒരു ബേഡാണെന്ന് പറയുന്നു അപ്പൊ പിന്നെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അതിന്റെ മറ്റുള്ള എല്ലാ ഭാഗങ്ങളും കണ്ടിട്ടും ഇതും ബേഡായിട്ടാണ് അത്തരത്തിലുള്ള ഇതിനെയാണ് കൺഫാബ് എന്ന് പറയുന്നത് പിന്നെ അഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഉണ്ട് ഡെഡ് ആയിട്ടുള്ളതും ഡിസ്ട്രോയിഡ് ആയിട്ടുള്ളത് റൂയിൻഡ് ആയിട്ടുള്ളതും ആയിട്ടുള്ളതുണ്ട് എന്നാൽ ബ്രോക്കൺ ആയിട്ടുള്ളത് ഇപ്പൊ ഒരാൾ കണ്ടിട്ട് ഇതൊരു ഡെഡ് ബോഡി ആണെന്ന് പറയുന്ന സമയത്ത് മോർബിഡ് ആണ് അല്ലെങ്കിൽ എന്താണ് ഒരു കീറിയ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ അല്ലെങ്കിൽ ആ മൃഗത്തിന്റെ തോല് എന്ന് പറഞ്ഞ സമയത്ത് അത് മൃഗത്തിന്റെ തോല് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ കഴിഞ്ഞ അല്ല ഡെത്ത് കഴിഞ്ഞ ഡെത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ തോല് എടുക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ളത് മോർബിഡ് ആണ് മോറാണ് പിന്നെ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ചില മിക്കവാറും എച്ച് എക്സ് ആയിട്ട് വരും പേഴ്സണലൈസ്ഡ് എന്ന് പറയുന്നത് ചില സബ്ജക്റ്റ് ഇത് കണ്ടതിന് ശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബാറ്റ് ഒരു ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ സമയത്ത് subject is personalising this this response stimuli his own response അതിന് പേഴ്സണലൈസ് ഇപ്പൊ പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഏ പ്രിസർവേഷൻ രണ്ട് രീതിയിൽ വരാം ഏത് കാർഡ് കാണിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡീറ്റെയിൽ മാത്രം കണ്ടിട്ട് പറയുന്നു ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ മാത്രം റെസ്പോൺസ് പറയുന്നു ലെഫ്റ്റ് സൈഡ് കണ്ടതിന് ശേഷം മാത്രം റെസ്പോൺസ് പറയുന്നു അല്ലെങ്കിൽ എല്ലാ കാർഡിലും ഒരേ കണ്ടന്റ് തന്നെ പറയുന്നു ഏത് കാർഡ് കാണിച്ചത് ഇത് ബാറ്റ് ആണെന്ന് പറയുന്നു അല്ലെങ്കിൽ ഇത് ബട്ടർഫ്ലൈ ആണെന്ന് പറയുന്നു അങ്ങനെ എന്താണ് പ്രിസർവേഷൻ എന്ന് പ്രിസർവേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കാർഡിനും ഓരോ കാർഡിലും പല റെസ്പോൺസ് ഉണ്ടാക്കാം ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് കാർഡിന് ആർ വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് റെസ്പോൺസ് ആർ ടു എന്ന് പറയുന്നത് സെക്കൻഡ് റെസ്പോൺസ് ആർ ത്രീ ആയിരുന്നു അപ്പൊ ആർ വൺ എന്ന് പറയുന്നത് ബാറ്റ് എന്ന റെസ്പോൺസ് ഒരു സബ്ജക്ട് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ ബാറ്റിനെ കോഡ് ചെയ്യിക്കുന്നത് അതിനെ സിഗ്നം എന്നാണ് ഇതിനകത്ത് പറയുന്നത് സിഗ്നമായിട്ട് കോഡ് ചെയ്തിരിക്കുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത് ഡബ്ല്യു എന്ന് പറഞ്ഞ കോൾ റെസ്പോൺസ് ആണ് ഓ എന്ന് പറഞ്ഞ കോഡ് റെസ്പോൺസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ location of the card location of the response made by subject in a particular card then F is the form response that is O ordinary quality A means animal details P means popular S L means organisational activity and W means it is organised അപ്പൊ ഇതുപോലെ ഓരോന്നിനും ഓരോ കാർഡിനും ഇതുപോലെ ഓരോ കാർഡിനും സിഗ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ കോഡിംഗ് ഉണ്ടാക്കുക അതിനുശേഷമാണ് ഇനി ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് കേട്ടോ അപ്പൊ കോഡിങ് കഴിഞ്ഞു നമ്മൾ ഇനി അതിന് അതിന് ശേഷം വരുന്നത് ഞാൻ മറ്റേ എന്താണ് സ്ലൈഡിലാണോ ഉള്ളത് അപ്പോൾ മറ്റേ സ്ലൈഡ് അപ്പോൾ ഇനി ഇതിന്റെ ഇന്റർപ്രിട്ടേഷനിൽ നമ്മൾ സ്കോറിംഗ് കഴിഞ്ഞു സ്കോറിംഗ് കഴിഞ്ഞതിന് ശേഷം ഇതാണ് സ്കോറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു പത്തെണ്ണത്തിന് സ്കോറിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു സബ്ജക്റ്റിന്റെ ഏഹ് ഹോസ്പിറ്റലിൽ വന്ന ഒരു സബ്ജക്റ്റിന്റെ എങ്ങനെ തോന്നുന്നുണ്ട് ഒരു സബ്ജക്റ്റിന്റെ ഓരോ സിഗ്നമും developmental quality form quality organisational activity കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇനി അതിനുശേഷം ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഓരോ നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറീസിനെയും ഡിഫറെന്റ് ആയിട്ട് അതിന്റെ പെർസെൻറ്റേജ് നോക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച ആ ടേബിളിൽ കാണിച്ചേക്കുന്നതിൽ നാൽപ്പത്തി ഒമ്പത് റെസ്പോൺസ് ആണുള്ളത് നാൽപ്പത്തൊമ്പത് റെസ്പോൺസിൽ ലൊക്കേഷൻ വൈസ് ഓരോ നമ്മൾ പറയുന്നത് W how many W how many D how many D D എന്നുള്ള സംഭവം നോക്കുക എന്നുള്ളതാണ് here out of forty nine response there are fifteen all response അതിന്റെ പെർസെൻറ്റേജ് കാണുക ഇനിയും twenty nine common details D D that means small detail for അപ്പോൾ ഓരോന്നിന്റെ പെർസെൻറ്റേജ് കാണുക ഇനി ഡിറ്റർമിനൻസ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ എഫ് എത്രയുണ്ട് എഫ് സി എത്രയുണ്ട് സി എഫ് എത്രയുണ്ട് എം എത്രയുണ്ട് കാണുക കണ്ടന്റ് ഇതുപോലെ തന്നെ എത്ര എണ്ണം ഉണ്ടെന്ന് കാണുക ടോട്ടൽ എത്ര പെർസെൻറ്റേജ് എന്ന് കാണുക അതിനുശേഷം ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ സമ്മറി എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രക്ചർ സമ്മറിയാണ് കൊടുത്തിരിക്കുന്നത് എത്ര ഡബ്ല്യു എത്ര ഒ എത്ര വി എത്ര പ്ലസ് കണ്ടന്റ് ഓരോന്ന് എത്ര പെർസെൻറ്റേജ് ഉണ്ട് പിന്നെ ഓരോ കാർഡിനോടുള്ള അപ്രോച്ച് ഓരോ റെസ്പോൺസ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന മാറ്റമുള്ള അപ്രോച്ച് എത്ര സ്പെഷ്യൽ സ്കോർ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയും ഇതിന് ശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട് കാൽക്കുലേഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞതിന് ശേഷം കാൽക്കുലേഷനിലേക്ക് വരാം ജസ്റ്റ് ഒന്ന് അറിയാൻ എത്തുള്ളൂ ഇതിൽ പ്രധാനമായിട്ട് ഇവർ ഇന്റർപ്രിട്ടേഷനിൽ നോക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഇന്റർപ്രിട്ടേഷനിൽ നോക്കുന്നത് പ്രധാനമായിട്ട് അതിന് ഇന്റർപ്രിട്ടേഷനിൽ നോക്കുന്നത് ഒന്ന് ഈ റെസ്പോൺസ് വാലിഡ് ആണോ എന്നുള്ളത് വാലിഡിറ്റി നോക്കണത് ഹൗ മെനി റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ് പിന്നെ നോക്കണത് കോപ്പിംഗ് സ്കിൽ എത്ര മാത്രമാണ് സ്ട്രെസ് ടോളറൻസ് എത്ര മാത്രമുണ്ട് കറണ്ട് സിറ്റുവേഷനിൽ പിന്നെ സ്ട്രെസ് ടോളറൻസ് ഒരു ഒരു ഒരു ഒരു ട്രെയിറ്റ് ആയിട്ട് എത്ര മാത്രം ഉണ്ടെന്നുള്ളത് ദെൻ പേഴ്സണാലിറ്റി സ്റ്റൈല് പേഴ്സണാലിറ്റി സ്റ്റൈലിൽ നോക്കുന്നത് ഇൻട്രോവേസീവ് ആണോ എക്സ്റ്റെൻസീവ് ആണോ അബിയൻ്റ് ആണോ എന്നുള്ളത് കോപ്പിംഗ് റിസോഴ്സ് എത്ര മാത്രം ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നു ഇൻഫർമേഷൻ പ്രോസസ്സിംഗിൽ കൊഗ്നേറ്റീവ് ഇനീഷ്യേറ്റീവ് കോംപ്ലക്സിറ്റി നോക്കുന്നു ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി നോക്കുന്നു കൊഗ്നേറ്റീവ് റിജിലിറ്റി നോക്കുന്നു ഡിസ്ഫങ്ഷൻ നോക്കുന്നു അതിന്റെ ഓരോരുത്തരുടെ ഫോർമുല ഉണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല കൺവെൻഷനാലിറ്റി നോക്കുന്നു പെർസെപ്റ്റൽ ആക്യുറസി റിയാലിറ്റി ടെസ്റ്റിംഗ് എത്രത്തോളം ഉണ്ട് സോഷ്യൽ പെർസെപ്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്നു പിന്നെ ideation thought ideation thought disorder എത്രമാത്രം ഉണ്ടെന്ന് തോട്ട് ഡിസോർഡർ എത്രമാത്രം ഉണ്ടെന്ന് നോക്കുന്നു അഫക്റ്റ് അഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ആണ് അഫക്റ്റീവ് റേഷ്യോ എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്നു ഒരാളെ അയാളെ കുറിച്ചിട്ടുള്ള സെൽഫ് ഇമേജ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കുന്നു ഓപ്പോസിഷനാലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നോക്കുന്നു പിന്നെ പറഞ്ഞ മൂന്ന് ഇൻഡി നാല് ഇൻഡിക്സസ് സോറി അഞ്ചെണ്ണം എസ്കോൺ എന്ന് പറഞ്ഞ സൂയിസൈഡൽ പൊട്ടൻഷ്യൽ സൂയിസൈഡാലിറ്റി എത്ര മാത്രം നോക്കുന്നു ഡിപ്രഷൻ ഇൻഡെക്സ് നോക്കുന്നു സ്കിസോഫ്രേനിയ ഇൻഡെക്സ് നോക്കുന്നു കോപ്പിംഗ് ഡെഫിസിറ്റ് നോക്കുന്നു O B P F S നോക്കുന്നു ഹൈപ്പർ വിജിലൻസ് നോക്കുന്നു ഇനി ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കുന്നത് ഈ കാർഡിൽ നമ്മൾ നോക്കുന്നത് ആ ഈ റേഷ്യോവും പെർസെൻറ്റേജും പറ്റിട്ടാണ് ഇതാണ് ഇതിൻ്റെ റേഷ്യോയും പെർസെൻറ്റേജും അപ്പോൾ ഈ പറയുന്ന ആസ്പെക്റ്റുകൾ affect interpersonal aspect ideation mediation processing self perception ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതെല്ലാം നോക്കിയതിന് ശേഷമാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ട്രേറ്റും അയാളുടെ സൈക്കോപത്തോളജി എത്രമാത്രം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഏതോ ഒരു ആ അവിടെ എം എ പി സി തന്നെ ഉണ്ടായ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് അത് റെസ്പോൺസിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ഒരു ഒരു എന്റെ സമ്മറി എൻ്റെ സമ്മറിയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് എന്റെ സമ്മറി എന്ന് പറഞ്ഞാൽ കോഗ്നേറ്റീവ് മീഡിയേഷൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ടോട്ടൽ റെസ്പോൺസ് മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ കോഗ്നേറ്റീവ് മീഡിയേഷൻ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല നിങ്ങൾക്ക് അടിക്കും പിന്നെ പിന്നെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എത്രയുണ്ട് അഫക്റ്റീവ് സ്റ്റേറ്റ് എത്ര ഉണ്ട് കപ്പാസിറ്റി ഫോർ കൺട്രോൾ ടോളറൻസ് എത്ര ഉണ്ട് സെൽഫ് പെർസെപ്ഷൻ എത്രമാത്രമുണ്ട് ഇന്റർപേഴ്സണൽ പെർസെപ്ഷൻ എത്രമാത്രമുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിന്റെ ഒരു ബ്രീഫ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ഇന്റർപ്രിട്ടേഷൻ പറ്റി ഡീറ്റെയിൽഡ് അല്ല കേട്ടോ അതിന്റെ ഒരു ബ്രീഫിങ്ങിന്റെ ഒരു ഒരു ഫയലാണ് കാണിച്ചിരിക്കുന്നത് അതിന്റെ ഒരു സമ്മതിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോ ഇവിടെ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യത്തിന് വെച്ചിട്ട് this person has produced a valid record that should be ordinary provide reliable information about his sorry here personality sector and functioning Proto revealed, revealed that she can think logically and coherently and to perceive people and events realistically. She is above average intelligence but not highly achievement oriented. An adequate self-image with more impression of positive features was revealed by the response. Mild obsessive features in her ideation process is evidence. She is introvert with more oriented towards using their inner self. This person appears to have sufficient psychological resources to cope adequately with the demands being imposed on her in life she demonstrated mild impairment of her reality testing capacity in certain situations involving interpersonal relationship with the need of care and dependency. She is emotionally controlled and can experience and express feeling in a way that are comfortable for her as well as others. She possesses moderate capacity, stress tolerance, and not easily frustrated in the face of obstacles. These subjects tend to adjust in social situation and feel secure in interpersonal situation, but She may not display more dependent or not overly inclined to rely on others for care and support. ഇത് സാധാരണ രീതിയിൽ ഇപ്പോൾ അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഇതൊരു നോർമൽ സബ്ജക്റ്റിൻ്റെ റെസ്പോൺസ് ആണ് മാത്രമല്ല നമ്മളൊരു നോർമൽ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചു ഇതിൻ്റെ സമ്മറി ആണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട് ഞാൻ മൊത്തം ഡീറ്റെയിൽ അതിനകത്ത് സമ്മറിയിൽ എഴുതിയിട്ടില്ല നിങ്ങൾ ഓർമ്മിക്കുന്ന നോക്കിട്ട് അപ്പോൾ ഇതിനിയും ഒരു പേഷ്യൻറ്റിൽ വരുന്ന സമയത്തായിരിക്കും നമ്മൾ പറഞ്ഞ കുറേ നമ്മൾ കണ്ടില്ലേ ideation suicide ideation cognitive distortion self perception ഇതെല്ലാം തന്നെ ഇൻകറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് വളരെ കൂടുതലായിരിക്കും ഇത്രയാണ് റോഷാക്ക് എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് this is very widely used commonly and widely used test uh, test in psychological test to assess the cognitive distortion, psychopathology, or personality disorder. And this is especially used for differential diagnosis. പലപ്പോഴും സൈക്കാട്രിസ്റ്റിന് സംശയം വരാണ് ഇയാൾക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ സൈക്കോപത്തോളജിക്കൽ ആണോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡർ ആണോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ഇതേ രീതിയിലുള്ള ടെസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്തിട്ട് വളരെ എന്താണ് അൺകോൺഷ്യസ് ആസ്പെക്റ്റിൽ നമ്മൾ ഒരു വ്യക്തിനെ കൃത്യമായിട്ടും പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ റിപ്പോർട്ടിൽ തന്നെ നമുക്കറിയാം ഈ ഇപ്പൊ ആ റിപ്പോർട്ടിൽ ആ സബ്ജക്റ്റിനെയും അല്ലെങ്കിൽ ആ കുട്ടിക്ക് പെൺകുട്ടിക്ക് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എവിടെയാണ് സ്ട്രെങ്ത് എവിടെയാണ് വീക്ക്നെസ് ലിമിറ്റേഷൻ എവിടെയെന്നൊക്കെ അറിയാൻ പറ്റും അത് വെച്ചിട്ട് നമുക്ക് ആളെ കറക്റ്റ് ചെയ്യാം എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാളെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കറക്റ്റ് ചെയ്യുന്നതാണ് not by what be assume from what a person talk ഒരാൾ വന്ന് നമ്മളടുത്തൊരു പ്രശ്നം പറഞ്ഞ സമയത്ത് ആ പ്രശ്നത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കാൻ പറ്റുമായിരിക്കും But the real way, the if we are able to really help, uh, if we are intent to really help that person, then we can get the clear picture about the personality trait or personality characteristics or psychopathological characteristics of the patient. Then only we can uh, we can give or we can effectively manage that patient അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ആ ഞാൻ വേറെ കാര്യം പറയാം സാധാരണ നമ്മൾ റോഷാക്ക് പഠിക്കുന്നത് ആറ് മാസം കൊണ്ടാണ് റോഷാക്ക് ടെസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെസ്റ്റിന് നമുക്ക് സ്കോർ ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് സൈക്കോപത്തോളജി ഉള്ള ആളെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം this is mainly for patient group അപ്പോൾ ഈ പേഷ്യൻ ഗ്രൂപ്പിനുള്ള ഇതായത് കൊണ്ട് പല രോഗമുള്ള ആളുകളെ ആങ്സൈറ്റി പേഴ്സണാലിറ്റി ഡിസോർഡർ സിസോഫ്രേനിയ തന്നെ പല ടൈപ്പ് സിസോഫ്രേനിയ അപ്പോൾ നിങ്ങൾ സൈക്കോപത്തോളജി ഒത്തിരി ഡിസീസ് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ ടെസ്റ്റ് ചെയ്തിട്ട് അവരുടെ റെസ്പോൺസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് സ്കോർ ചെയ്യാനായിട്ട് പഠിക്കുന്നത് അതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻ അപ്പൊ ഇതൊരു ഒരു ആണ് ഒപ്പം തന്നെ വളരെ ലെങ്തി ആണ് വളരെ ടീഡിയസ് ടാസ്ക് ആണ് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മാത്രം നമുക്ക് അപ്പോൾ ഈ സംഭവത്തിനനുസരിച്ചാണ് നമ്മൾ ഈ സംഭവത്തിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അപ്പൊ പേഷ്യൻസിലാണ് നമുക്ക് ഇതിനകത്തുള്ള ബെറ്റർ ആയിട്ടുള്ള ഈ ടെസ്റ്റ് എന്താണ് അല്ലെങ്കിൽ ഈ ടെസ്റ്റിനെ കുറിച്ച് അത് എല്ലാ സൈക്കോളജിക്കൽ ടെസ്റ്റുകളും അങ്ങനെ തന്നെയാണ് ക്ലിനിക്കൽ ഉപയോഗിക്കുന്ന സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ആ ടെസ്റ്റ് എന്താണ് ടെസ്റ്റിന്റെ ഒരു യൂട്ടിലിറ്റി എന്താണ് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പേഷ്യൻസിൽ അത് അപ്ലൈ ചെയ്യുന്നു അല്ലാതെ നമ്മൾ നോർമൽ പേഴ്സണിൽ കൊണ്ടുവന്നിട്ട് ഈ സംഭവം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാരണം test is mainly intend for using patient അപ്പോൾ നമ്മളത് നോർമലി പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് നോർമലി പഠിച്ചിട്ട് പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല അപ്പോൾ നമുക്കത് ടെസ്റ്റ് നമുക്ക് ഇന്റർപ്രട്ട് ചെയ്യാൻ അറിയാൻ പറ്റില്ല ഏതൊരു സംഭവം നമ്മൾ പഠിക്കുന്നത് അതിന് സ്പെസിഫിക് ആയിട്ടൊരു ഗ്രൂപ്പ് കിട്ടുമ്പോഴാണ് നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ല ഒരു ഒരു എക്യുപ്മെന്റ് തന്നെ നമ്മളത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് അതിന്റെ ഓപ്പറേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഓപ്പറേഷൻ മനസ്സിലാക്കാൻ പറ്റും അതാണ് സംഭവം അപ്പൊ ഇതാണ് റോഷാക്ക് ഇംഗ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ടെസ്റ്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം ക്ലാസ് നിർത്താം കേട്ടോ ഇതാണ് അല്ല ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റുകളെല്ലാം തന്നെ വളരെ ലെങ്തി ആയിട്ടുള്ള ടെസ്റ്റുകളാണ് അടുത്തതും ഇതുപോലെ തന്നെ ഉള്ള ഒരു ടെസ്റ്റ് തന്നെയാണ് that is known as Thematic apperception test or T A T അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ thematic apperception test that is T A T TAT was developed by uh, Morgan and Murray in 1935. Uh, and this test is also used for assessing the personality. This is uh, com- this test also comes under the projective test. Here also the patient or person projecting his feeling, desires, and uh, Mm, uh, what motive, etc., to the uh, to the uh, to the stimulus uh, to the stimulus given here. Uh, the question is that uh, mm, there are a number of sorry a series of 30 pictures and one blank card are used for assessing personality of this test and for each person 20 cards are appropriate. Procedure is that, uh, procedure here is that, ഇതാണ് എൻ്റെ കാർഡ് പേരുണ്ട് കേട്ടോ ഞാൻ കാർഡ് എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള കാർഡ് എടുത്തു മറ്റും കാർഡ് ഇരിപ്പുണ്ടോ റോഷാക്ക് എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ പേരുള്ളതാണ് ഇതിൻ്റെ കാര്യമുണ്ട് ഇതിൽ ഇതെല്ലാം പ്രസന്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഞാൻ കണ്ടിട്ടുണ്ട് യെസ് ഹിയർ കാർഡ് കാണുന്നുണ്ടോ ഇതിൽ എത്രയേ ഉള്ളൂ the subject is presented with series of cards and he is asked to make up a story about the event that is seen in this picture. Tell what has, eh, this story should contain what has led up to the present situation, what is happening, and uh, that is what is happening, that is what the characteristics are feeling and thinking, and give the outcome. What will be the next എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ടെൻസുകൾ ഇതിനകത്ത് വേണം പാസ്റ്റ് വേണം പ്രസന്റ് വേണം ഫ്യൂച്ചർ വേണം ഓരോ കാർഡ് ഇങ്ങനെ കാണിക്കുന്നു ഓരോ കാർഡ് ഇങ്ങനെ കാണിച്ചതിന് ശേഷം ഞാൻ സ്ലൈഡിലും കാണിക്കാം കേട്ടോ ഓരോ കാർഡ് ഇങ്ങനെ കാണിച്ചതിന് ശേഷം ഓരോ കാർഡ് കാണിച്ചതിന് ശേഷം പറയാണ് ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒരു കഥയായിട്ട് എഴുതാനായിട്ട് പറയുന്നു ഈ കഥയിൽ ഏത് സിറ്റുവേഷനാണ് ഇവർ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഇനി എന്താണ് സംഭവിക്കുക മുപ്പത് കാർഡ് ഉണ്ട് പക്ഷെ ഓരോ സബ്ജക്റ്റിന് ഇരുപത് കാർഡ് കൊടുത്തേച്ചാൽ മതി here the task is to make up a story based on based on the event based on the situation of the event that is given in the picture ഇതാണ് കാർഡ് ഇതുപോലെ തന്നെ അതാണ് മുപ്പത് കാർഡ് ഇതിനകത്ത് ഉണ്ട് മുപ്പത് കാർഡിൽ മുപ്പത് കാർഡിൽ ഇരുപത് കാർഡാണ് ഓരോന്നിനും ഡിഫറെൻ്റ് ആണ് മെയിൽ ഫീമെയിൽ ഡിഫറെൻ്റ് ആണ് അഡൾട്ട് അഡോളസെന്റ് ചൈൽഡ് ഇതിനകത്ത് അല്ല സോറി അഡൾട്ട് അഡോളസെന്റ് ഇതിനെല്ലാം തന്നെ ഡിഫറെന്റ് ആണ് and the person is encourage to imagine and to say whatever come to his mind ഇത് ഒന്നെങ്കിൽ സബ്ജക്റ്റ് തന്നെ നേരിട്ട് സ്റ്റോറി എഴുതുക അല്ലെങ്കിൽ സബ്ജക്റ്റ് പറയുന്ന സ്റ്റോറി കേട്ടിട്ട് സബ്ജക്റ്റ് സോറി സൈക്കോളജിസ്റ്റ് എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇനി ഇത് തന്നെ ഇതിപ്പോ നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് കാർഡിൽ ആ ഇതാണ് ഒരു കാർഡ് ഇപ്പൊ നിങ്ങൾക്ക് സ്ലൈഡിലാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം ഞാൻ കാണിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി കാണാം ഇതാണ് ഒരു കാർഡ് ഇപ്പൊ ഈ കാർഡ് കാണിച്ചതിന് ശേഷം ഒരു സ്റ്റോറി മേക്ക് ചെയ്യാൻ പറയും സ്റ്റോറിയിൽ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത് ഇപ്പൊ എന്താണ് ഇവരുടെ ഇവരുടെ മനസ്സിൽ എന്താണ് അതുപോലെ തന്നെ ഇനി എന്തായിരിക്കും ഉണ്ടാവാൻ പോണത് അനദർ കാർഡ് ഞാൻ കാണിച്ച കാർഡൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാ കാർഡും ഞാൻ കാണിച്ചില്ല ഇതാണ് ഇതിന്റെ card And uh, here, uh, this test is used for uh, adolescent and adult. And for there are card for there are tests for children also. That is known as children apperception test children and apperception ടെസ്റ്റിലെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതാണ് സി എ ടിയുടെ കാർഡ് സി എ ടി എന്നാണ് അതിനെ പറഞ്ഞത് സി എ ടിയുടെ കാർഡിലെ ഇതുപോലെ തന്നെ instead of human figure animal figures are used ആനിമൽസും അതുപോലെ തന്നെ ബേർഡ്സ് ഒക്കെ തന്നെ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഇപ്പോൾ ഒരു കാർഡാണിത് പിന്നെ ആനിമൽ ബേർഡ്സ് ഉള്ളതുണ്ടല്ലോ ഉള്ളത് ആ യെസ് ബേർഡ്സ് ഉള്ളത് അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഇങ്ങനത്തെ ഉള്ള കാർഡുകൾ കൊടുത്തിട്ട് സെയിം പ്രൊസീജിയർ തന്നെ ഉപയോഗിക്കുന്നു the child is asked to make a story or tell a story by seeing this card ഇതാണ് ചിൽഡ്രൻ സാറ്റിസ്ഫാക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ടി എ ടി പോലെ തന്നെ വലിയ ആൾക്കാരിൽ ഉപയോഗിക്കാത്ത തന്നെ കുട്ടികളിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് and here in Indian situation this sorry in child perception test is developed by Balak and Sonia Soral Balak for used uh, using with the children between the age of three to ten years old ഇത്രയും ഏജിലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതും ഇതുപോലെ തന്നെ അതൊരു subject of sorry projective test ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെയും ഇൻ്റർപ്രിട്ടേഷനും സ്കോറിങ്ങും ഡിഫറെൻ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അത്രയും ഡീറ്റെയിൽ അല്ലെങ്കിൽ പോലും ഡീറ്റെയിൽ ആണ് here the test can be interpreted or scoring in terms of the analysis of form, analysis of content, dynamic structure of the content, other dynamic flows, etc. Analysis of form means how the story is narrated. A story is narrated. The story is narrated in the analysis of form. Sorry, how story is set. that is analysis of form. Then analysis of content, what narrated in the story എങ്ങനെയാണ് സ്റ്റോറി പറഞ്ഞിരിക്കുന്നത് എന്താണ് നറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് കാര്യത്തിനാണ് നമ്മൾ അനലൈസ് ചെയ്യപ്പെടുന്നത് ഇനി ഡൈനാമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് കണ്ടന്റ് ഓഫ് ദി സ്റ്റോറിയാണ് dynamic structure supporting analysis of the content analysis of ഫോമിൽ വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ അതിൽ വരുന്നത് ഹൗ സ്റ്റോറീസ് ആയിട്ട് include the following power of plot organization fantasies and imagination language and verbal richness observation of details power of പ്ലോട്ടിൽ വരുന്നതാണ് അതിൽ വരുന്ന ക്യാരക്ടർ ഫാക്ടേഴ്സ് ആണ് whether it structure or unstructured real or bizarre complete or incomplete stereotype or original appropriate inappropriate plot ഈ കഥ പറയാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞത് ഒരു കോണ്ടസ്റ്റ് എന്ന് പറയുന്നതാണ് അതിന്റെ ഫാക്ടറാണ് ഈ ഓർഗനൈസേഷനിൽ how the story is organized with a beginning, middle, and end of the story. This can be rated on a five-point scale like superior, good, adequate, low, or poor. In fantasy and imagination, length of the story, range of the imagination, freedom of the imagination, quality of the imagination. And language and verbal richness, peculiarity uh, of the uh, language used, uh, then literary and language usage verbal richness verbal richness choice of the words etcetera ഈ സ്റ്റോറി നറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് എങ്ങനെയുണ്ടെന്ന് observation of details means whether small details are not ഈ ഇതിനകത്ത് തന്നെ ചിലതിലെല്ലാം വളരെ സ്മോൾ ആയിട്ടുള്ള ചില ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ഈ സ്മോൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഒബ്സർവേഷൻ ഡീറ്റെയിൽസ് ഫോർ എക്സാമ്പിൾ ഈ കാർഡില് ഇതില് കുറേയധികം സ്മോൾ ഒബ്സർവേഷൻ ഉള്ള ഒരു കാർഡാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഒരു നാച്ചുറൽ ഒരു പാഡി ഫീൽഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പാഡി ഫീൽഡായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരുന്ന സമയത്ത് ഒത്തിരി ഒത്തിരി സ്മോൾ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ സ്മോൾ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇത് നോക്കുന്നത് അല്ല സോറി ആ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് then analysis of content what narrated two types of, sorry type of content that is uh, hero of the story other characteristics theme need plus outcome interpersonal relation ഇനി ടൈപ്പ് ഓഫ് കണ്ടന്റ് തന്നെ പോസിറ്റീവ് കണ്ടന്റ് ഉണ്ടാവാം നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടാവാം ഡൈനാമിക് സ്ട്രക്ചറിൽ വരുന്നത് unconscious chain and association nature nature തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആണോ അബ്സ്ട്രാക്റ്റ് ആണോ നേച്ചർ ഓഫ് ദി കണ്ടന്റിൽ ഷീ ഡിസ്ക്രിപ്ഷൻ ഷീ ഡിസ്ക്രിപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെറുതെ ഇപ്പൊ ഒരു ഒരു സ്റ്റോറി കാണുന്നത് ഇത് രണ്ട് സ്ത്രീകളല്ലേ സ്ത്രീകൾ വെറുതെ ഒന്ന് സംസാരിക്കുകയാണ് അതിനകത്തൊന്നുമില്ല ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള നമുക്ക് അതിനകത്ത് സ്റ്റോറി കണ്ടെത്താൻ പറ്റില്ല അത് ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യുന്നത് അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ചില ഫിലോസഫിക്കൽ ആയിട്ടുള്ള ചില മെസ്സേജുകൾ ഉണ്ടാവും മിത്തോളജിക്കലി ഏതെങ്കിലും ഒരു റിലീജിയസ് ക്യാരക്ടറിനെ പിടിച്ചിട്ട് സ്റ്റോറി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ fairy tales make believe economical ആയിട്ടുള്ള ചില ആസ്പെക്ട് ഒക്യുപേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് അഗ്രസീവ് ആയിട്ടുള്ള ചില നേച്ചർ ആന്റി സോഷ്യൽ ആയിട്ടുള്ള nature sexual nature then then autobiographical paranoid conditional alternative alternative എന്ന് പറഞ്ഞാൽ ഒരു കാടി തന്നെ രണ്ട് മൂന്ന് തീം കൊടുക്കുന്നുണ്ട് അതിനാണ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞത് sorrow out situation picture rejection or no theme പ്രത്യേകിച്ച് ഒരു തീമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ചില പിക്ചർ കണ്ടിട്ട് എനിക്കൊന്നും പ്രത്യേകിച്ച് ഇതിനകത്ത് കഥയൊന്നും ഉണ്ടാക്കാനില്ല എന്ന് റിജക്ട് ചെയ്യപ്പെടുന്ന അവസ്ഥ അതിനെയാണ് പിക്ചർ റിജക്ഷൻ ഉദ്ദേശിക്കപ്പെടുന്നത് ഇനിയും ഹീറോ എന്ന് പറയുന്നത് ലീഡിങ് റോൾ ആരാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ പറയുന്നത് അതിന് തന്നെ most means most spoken person in the story or with whom the subject identified or most interested in a particular character ഇനി അത് തന്നെ ഐഡന്റിഫിക്കേഷനിൽ based on the sex and age there are three category male female എന്ന് പറയുന്ന ഈ സെക്സും ഏജ് കാറ്റഗറിയിൽ നമുക്ക് മൂന്നെണ്ണമാണ് വരുന്നത് child adolescent and adult then old age അപ്പൊ ഈ രണ്ടിന്റെ കോമ്പിനേഷനിൽ വരുന്ന സമയത്ത് സിക്സ് കാറ്റഗറി ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോ ഒരു മെയിൽ ഓൾഡ് മെയിൽ പേഴ്സൺ ഒരു കാറ്റഗറി അല്ലെങ്കിൽ female female a female child വേറൊരു കാറ്റഗറി അപ്പൊ ഈ മൂന്ന് ഈ രണ്ട് കാറ്റഗറീനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്കം സിക്സ് കാറ്റഗറി വരാം other characteristics attribute of other character theme or need or press here interaction of the heroes need need നിങ്ങൾക്ക് അറിയാം മറ്റേ ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ഹെൻറി മുറിയുടെ നീഡ് നിങ്ങൾ പേഴ്സണാലിറ്റി പഠിച്ചിട്ടുണ്ട് എൻവയോൺമെന്റൽ എന്ന് പറഞ്ഞത്രേ ഇത്രയേ ഉള്ളൂ ഒരാ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന നീഡുകൾ അയാൾ ജീവിക്കുന്ന സിറ്റുവേഷനായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഫ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അയാൾക്ക് ഒരു ഔട്ട്കം ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട് പഠിച്ച് വലിയ ഒരാളാവണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ എൻവയോൺമെന്റിൽ അതിന് പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ഉണ്ടാവണമെന്നില്ല ഇപ്പൊ ദൂരെ എവിടെയെങ്കിലും പോയി പഠിക്കണമെന്നുണ്ട് but the family situation or economic situation of the family is not in a position to position to position help the child or help the son to study in abroad അപ്പോൾ അവിടെ നീഡ് ഉണ്ട് പക്ഷേ എൻവയോൺമെൻറ്റിൽ സ്വാഭാവികമായിട്ട് വ്യക്തിനെ സംബന്ധിച്ചുള്ള ഫെയിലിയർ ആണ് ഉണ്ടാവാൻ സാധ്യത നമുക്ക് നമ്മുടെ നീഡും എൻവയോൺമെൻറ്റും കൂടി ഒരുമിച്ച് വരുന്ന സമയത്താണ് outcome become the success need that means force drive immunity from within this may be biological or psychological biological ആയിട്ടുള്ള ധാരാളം നീഡുകളുണ്ട് മനുഷ്യർക്ക് അതുപോലെ സൈക്കോളജിക്കൽ ആയിട്ടുള്ളത് press that means emanating from the environment or acting upon the subject outcome, presence or absence of success or failure, ego strength, lack of confidence in facing conflict, clear outcome, vague, real, unreal, happy or unhappy, varied outcome or unvaried ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് വരുന്നത് ഇനി ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ how the hero respond to others in this picture how he adjusts with the family or other social situations, or how he interact with the teachers, uh, authorities, or friends, etc. Dynamic structure of the content, ego strength, significant conflict, main defense, emotions and feelings, ego strength, etc. Then significant conflict വരുന്നത് main defence maintain integrity different defence mechanism like rationalisation projection reaction formation withdrawal sublimation identification denial repression regression ഇതെല്ലാം നിങ്ങൾ ഫ്ലോയിഡിന്റെ തിയറി പഠിച്ചിട്ടുള്ളതാണ് emotions and feeling there may be positive emotions or negative emotion other dynamic clues like perceptual distortion then uh, misrecognition of the object or uh, sex of the object, relationship, emotion, age, omission of the figure and object present in the picture, introduction of the new object in the picture, uh, Uh, in the situation that is not present in the picture and also what is the best and the least picture preferred by the ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇരുപത് കാർഡ് അഡ്മിനിസ്ട്രേറ്റിന് ശേഷം സബ്ജക്റ്റിൻ്റെ അടുത്ത് ഈ കാർഡിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാർഡും അതുപോലെ തന്നെ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് തോന്നുന്ന കാർഡും സെലക്ട് ചെയ്യാനായിട്ട് പറയും തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാർഡും അതുപോലെ തന്നെ നല്ല ഇഷ്ടമുള്ള ഒരു കാർഡും സെലക്ട് ചെയ്യും ഇതെല്ലാം തന്നെ വെച്ചിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് ഉള്ളത് total time also reaction time രണ്ട് രീതിയിലുള്ള റിയാക്ഷൻ ടൈം ആണ് ഉള്ളത് total sorry reaction time to each card and also total time the subject has taken for completion of the test ഇത് രണ്ടും എടുത്തതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഇതിന്റെ ഇന്റർപ്രിട്ടേഷന്റെയും അതിന്റെ ടേബിളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അതിന്റെ ഇതുപോലെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതുണ്ട് ആ നേരത്തെ പറയാൻ പറ്റൊരു സംഭവം കാര്യം ജി എ ടിയില് നമ്മള് ഇപ്പൊ ഒരുമിച്ച് പറയാം ജി എ ടി കഴിഞ്ഞതിന് ശേഷം ഇതിലെ റെസ്പോൺസ് ഷീറ്റില് ഓരോ റെസ്പോൺസ് എഴുതിയതിന് ശേഷം ഇതുപോലെ ടേബിൾ ഉണ്ടാവും കേട്ടോ നമ്മളൊന്നും എനിക്കറിയില്ല നോക്കൂ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ടേബിൾ കണ്ടു ഈ ടേബിളിലാണ് നമ്മളിത് ടേബിളിലാണ് നമ്മളിത് അടയാളപ്പെടുത്തുന്നത് ഇതിന്റെ ഷീറ്റാണത് ഈ ടേബിളിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ ടേബിളിൽ എടുത്തതിന് ശേഷം ഇവിടെ ഒരു നമുക്ക് പ്രൊഫൈൽ വരയ്ക്കാൻ പറ്റും സിസ്റ്റം ബി പിയിലേക്ക് വരച്ച പോലെ ഇവിടെ ഒരു പ്രൊഫൈൽ നമുക്ക് വരയ്ക്കാൻ പറ്റി പ്രൊഫൈൽ നമ്മൾ മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇ ഐ ടിക്കും ഇ ഐ ടിക്കും ഓരോ കഥയും എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ ഓരോ കാർഡിനെയും അനലൈസ് ചെയ്യാനുള്ള ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹീറോയും സിഗ്നിഫിക്കൻറ്റും ഡൈനാമിക് കോൺഫ്ലിക്റ്റും എല്ലാം ഇതായിട്ടുള്ള ടേബിളും കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഇത് അനലൈസ് ചെയ്യുന്നത് ഞാൻ റിപ്പോർട്ടിനകത്ത് കൊടുത്തിട്ടില്ല റിപ്പോർട്ട് അതിൽ ഉണ്ട് റിപ്പോർട്ട് കഴിഞ്ഞപ്പോൾ പേഷ്യൻ്റെയും നോർമൽ ആയിട്ടുള്ള നിങ്ങളെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ ചെയ്യുമ്പോൾ എനിക്കറിയാൻ പറ്റില്ല പണ്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ചെയ്ത് കാണിപ്പിക്കും അതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ എന്താണെന്ന് അറിയാൻ പറ്റില്ല വെറുതെ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ടെസ്റ്റ് എന്താണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ അതിന്റെ സ്കോർ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡൻറ്റിനെ കൊണ്ട് ഇതിന്റെ റെസ്പോൺസ് എടുത്തതിന് ശേഷം എല്ലാവർക്കും സ്കോർ ചെയ്തതിന് ശേഷം കാണിച്ചു അപ്പൊ കുറച്ചൊക്കെ പിടുത്തം കിട്ടും ഇപ്പൊ ഞാൻ ഈ പറയും പോലെ അല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ ആണ് റോഷാക്കും ടി എ ടി എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനിയുള്ള അതുപോലെ തന്നെ എന്താണ് അടുത്ത ടെസ്റ്റുകൾ പ്രോജക്റ്റീവ് ടെസ്റ്റുകൾ ഉണ്ട് അത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം കാരണം ഇത് തന്നെ ഈ രണ്ട് ടെസ്റ്റ് തന്നെ വലിയ സാച്ചുറേറ്റഡ് ആണ് ഇപ്പൊ നിങ്ങൾ മാത്രമല്ല ഈ ടെസ്റ്റിനെ നമ്മളിങ്ങനെ വെറുതെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അത് ലെങ്തി ആയിട്ടൊരു ടെസ്റ്റാണ് അതിൽ ഡിസ്കഷൻ ആയിരുന്നു നിങ്ങൾക്ക് പറയുന്നത് സോ വി ക്യാൻ കണ്ടിന്യൂ ഇനിയിപ്പോൾ അത് ഇനിയുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ പ്രസൻറ്റേഷൻ ഉണ്ട് ഡ്രോ എ പേഴ്സൺ ഉണ്ട് ദെൻ പിക്ചർ പ്രസൻറ്റേഷൻ ഡ്രോ ചെയ്യുമ്പോൾ പിന്നെ സെൻറ്റൻസ് കംപ്ലീഷൻ പ്രൊജക്റ്റീവ് ടെസ്റ്റിൽ പോസിറ്റീവ് ടെസ്റ്റിൽ അത് കഴിഞ്ഞ ശേഷം പിന്നുള്ളത് നമുക്ക് ന്യൂറോ സൈക്കോളജി ന്യൂറോ സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ബിഹേവിയർ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് അത് നമുക്ക് അടുത്ത ദിവസം ഓക്കെ